we'll start. <clears throat> we will be discussing <clears throat> Unit 3, that is MPA 14, MPA 14, Human Resources Management. Okay. So we'll be discussing Unit 3, Human Resource Planning and uh, Strategy, MPA 14. See, today, <clears throat> um, you know, the in each and every organization, the requirement of manpower planning and uh, process of manpower planning, then aspects of manpower planning, then advantages of human uh, resources planning, and uh, shortcomings of manpower planning, manpower planning in the civil service. These are the contents this is uh, covered in this uh, unit actually okay once again i repeat unit 3 human resource planning and strategy manpower planning requirement of manpower planning process of manpower planning aspects of manpower planning and advantages of human uh, resource planning shortcomings of manpower planning manpower planning in the civil service these are the uh, some of the uh, important topic which uh, we are going to discuss today. Okay, the <clears throat> you're all knowing that human resources, uh, you know, um, HR section, HR, previously it was personal section. Now it is human resource because, you know, wide area is covered. Okay. So HR section, Okay, everywhere now HR department is there. Personal department now, that was the traditional things actually. So, um, section uh, HR section is headed by a professional normally. He'll be mlw or LLB, um, or uh, you know this uh, MBA or whatever is there, and having a lot of experience the and handling human resources development. Okay, he should be a capable leader and uh, he should be able to manage the human resources properly. He has to execute uh, the management decisions properly from time to time. Not only that, he has to revise uh, manpower strategy. He has to formulate many, many policies like uh, recruitment policy, administrative policy, safety policy, welfare policy, many other things. You know, the, this is the duty of human and not only that he has to formulate training strategy also that is the duty of the human resource management so it's a very big um, you know responsibility a human resource management uh, manager is having so uh, implementation of HR planning can take uh, forms ranging from more uh, afterthought of an appendix to the main organization plan. Now, I will just tell you from other source human, please carefully listen to this, human resource planning could be seen a series of activity consisting of the following. Okay, number one, forecasting future manpower requirement, either in terms of mathematical projections of trends in the economy and developments in the industry or of judgmental estimates upon scientific future plans of the company. Once again, I repeat, manpower planning is very, very, very, very, you know, based on a lot of input which we are getting from various departments, we have to do the planning. And this planning should be done much earlier, not like the way which uh, it is happening in Kerala. See, for example, we know that on 30th December, uh, 30th uh, March, many people are going to retire. Many people are going to retire. So before that, you have to start the recruitment process, and PSC should uh, identify the people or select the people. No, if so happened some few years back that some 10,000, 12,000 people resign, uh, you know, just retired uh, from civil service uh, here in collectorate and the very next day, 1st April, there was nobody in the chair. There was nobody. Nobody was recruited. Nobody was posted. These are, these are all poor planning. But in pri private sector or corporate, no, it is not allowed because uh, immediately the charge is to be handed over to somebody else and, uh, you know, no vacancy. Uh, people should not be, you know, um, we had to give, plan uh, our priorities and we had to do that. Same way, where the government should know how many people are going to retire on so and so date, on so and so date, like that. And advance planning is required, and we they to inform, uh, you know, this uh, PSC or some other uh, recruitment agency to identify suitable person for holding the, uh, you know, uh, specific post so that a, whenever a person leaves immediately uh, you know we can uh, keep that person but normally it is not happening because push and pull you know you know very well that you know and people are not um, i don't want to tell that you know i don't want to waste energy actually because recruitment is not transparent you know it never happens you know you take the example of public sector undertaking or government organization even public sector undertaking, you, you take it. See, advanced planning HR manager is doing. He is submitting the manpower requirement to the uh, chairman managing director. Chairman managing director put up to the board of directors. Board of directors approve the additional post or whatever vacancy is arising, you know, during the particular period. And afterwards, after the approval of the by the board, HR manager is recruiting and vacancy is filled up. So here what mean, there are other parameters and, um, you know, sometimes at a time people will come and, uh, you know, yesterday you have seen that, you know, sports person, you know, 24 percent were recruited. Where, where these people were sleeping or not? How many years? You know, that uh, people were struggling, the sports person who contribute a lot for the country as well as the state and, uh, you know, they were doing uh, fast and everything in front of the secretary and law after 17 days or 27 days. And yesterday, minister promised something, I don't know, God, uh, may God bless them. At least, you know, it will be materialized. I don't know. So, hope that uh, permanent will be issued and uh, planning is great. Recruitment, uh, you know, uh, right time we have to recruit the people, otherwise it will be difficult actually. And not only that, there is no scarcity of manpower in Kerala scarcity of man, uh, there is no uh, scarcity of man, uh, manpower. Skilled uh, people are available. So what is the problem actually? Anyway, you are taking loan from the banks and other things, and you don't have money to pay the salary. Then even though you at least you know recruit these people also no. Recruit this even KSRT even today 70 and 80 people didn't get salary even KSRT staff. These are the things actually. But the other side and they are spending huge amount for unwanted purpose. And the people who were worked for 30 days or something, even today is uh, 18 or something like that, even KSRT people didn't get salary till today. So planning is very, very poor. Okay, in corporate, you know, uh, it is not, um, we are not blaming anybody. What is happening, we are just telling, okay. And they have got adequate time for doing unwanted things actually they they don't have time to think about uh, you know uh, whatever is required for the state for the nation they don't have time to think that you know um, for unwanted time uh, we are wasting time for discussing many many, many unwanted things actually okay take the example of yesterday college University without passing BA people have a passed MA and they are going for higher studies and other things. So I don't want to tell anything. So it is better not to talk because unnecessarily we are wasting our energy. Situation will not be improved and uh, there is no everywhere, everywhere. And I have no, I have spent uh, this many years in this world. I have not seen such that governor is taking a hard step. Yesterday also I saw that and uh, he told that I don't want to uh, become chancellor, and you do. Whether secretary, your secretary should run, uh, become chair, chairperson or chief minister should take over. And very, very, very, very poor condition actually. Every university is run by this type of people and you know standard of education is going down. Please don't think that we are educated, we are having 100%, you are wrong. 100% education means not that by writing Ra, Ra, Ta or A, B, C, D, you have become literate. Already 13 people are illiterate, 13% people are illiterate actually. As per the UNESCO, uh, this thing, uh, uh if it is exceeding 90, then it will be treated as 100. Now, I am asking one simple question to you that uh, higher education in the state is extremely poor. Whether you will agree with me or not, because I have studied a lot, I have written many, many articles. Now I stopped writing anything, any article, because no scope of you know, further improvement. Okay, there is no scope of further improvement because rich people, uh, you know, children, daughter, daughter or the son is going outside Kerala for studying. And uh, here, now you see here, higher education, and uh, whether it is engineer, whether it is postgraduate, what, what, and uh, how many people are, uh, um, how many, you know, you, the university is producing the, you know, talented, uh, skilled, how many people are there, you know, Hmm. university vice chancellor is telling that we have uh, produced this many postgraduates and graduates, but uh, how many quality postgraduates and uh, engineers you produce? That you should ask, no? That is the thing which uh, it is better not to talk. And I, uh, I can tell you the situation is extremely bad because of the undue politics everywhere and academic, everything. And militant trade union, teachers are unable to teach. They are unable to, you know, they are not allowing to change the curriculum. They cannot uh, teach. Students are not ready to, uh, they are also not willing to change the curriculum. world is changing and our curriculum remains as it is, university curriculum. So these are the things actually. Now you will come to know that when you go out and you your deficiency, at that time you will come to know when you are comparing with others. And അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഡെഫിഷ്യൻസി എന്താണെന്ന് മനസ്സിലാവും അതിൻ്റെ അർത്ഥം എല്ലാവരും മോശമാണെന്നോ അല്ല മോശമാണെന്നോ അല്ല കാരണം എന്തെന്ന് വെച്ചാൽ <clears throat> ഏത് ഇതിൽ നിങ്ങൾ പഠിച്ചാലും ശരി അതിൻ്റെതായ കോമ്പിറ്റൻസി <clears throat> നമ്മൾ കാണിക്കണം അപ്പൊ അതുകൊണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റും നല്ല ഏബിൾ ആയിട്ടുള്ള ടീച്ചേഴ്സും എല്ലാ എവറി വെതടി ഗവൺമെന്റിലായിക്കോട്ടെ നല്ല നല്ല ഓഫീസേഴ്സും സത്യസന്ധമാരായ ഓഫീസേഴ്സും ഒക്കെ അനിവാര്യമാണ് പക്ഷേ നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും ഈവൻ എന്താ പറയണ്ടത് നമ്മുടെ കലാമണ്ഡലം കുച്ചിപ്പിടിയും മറ്റേ ഭരതനാട്യം പഠിക്കുന്നിടത്തും നമ്മൾ രാഷ്ട്രീയമാണ് പോരെ വലുതില് അപ്പൊ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്ന കാര്യം കലാമണ്ഡലം വള്ളത്തോൾ നാരായണ മേനോൻ എന്തിനാ സ്ഥാപിച്ചത് അതുപോലും അറിയില്ല ആളുകൾക്ക് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ ആ ഇതിന് സ്മരണയ്ക്ക് വേണ്ടിയിട്ട് സ്ഥാപിച്ച യൂണിവേഴ്സിറ്റിയിലെ ഈ നിമിഷം വരെ പത്ത് പൈസ ശമ്പളം കിട്ടിയിട്ടില്ല ഇത് വൈസ് ചാൻസലർക്ക് ബഡ്ജറ്റ് ഉണ്ടാക്കിയിട്ടില്ല മോണോ ഇത് എംബ്ലം തീരുമാനിച്ചിട്ടില്ല ഒന്നും തീരുമാനിച്ചില്ല ഈ യു ജി സിയുടെ റെക്കഗ്നേഷന് ദൈവത്തിന് മാത്രമേ അറിയൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ഫുൾഫിൽ ചെയ്തെങ്കിൽ യൂണിവേഴ്സിറ്റി റെക്ക കാരണം വൈസ് ചാൻസലറുടെ സാലറി ഫിക്സ് ചെയ്തില്ല കിട്ടിയിട്ടില്ല അയാൾക്ക് ആറുമാസമായിട്ട് ഈ സ്ഥിതിയാണ് അപ്പോൾ നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറയണമെന്ന് വെച്ചാൽ he written many many articles about higher education I have present many many many things you know during many many many seminars now uh, how to do when how, uh, we can improve our students quality how uh, it can be improved all the things you know now i stopped writing also i stopped talking also because the present day environment and other things you know no scope and uh, of further improvement and uh, you know wherever where, so government set up a committee government set up a committee suppose if they are setting up any committee here always two, three person, four persons are permanent. I don't want to tell the name. Yesterday, you know, K-Rail. rail is a highly controversial project and uh, Britta's wife has become general manager. Other things I don't want to tell that, you know, every university wife of somebody, somebody, somebody, somebody. Yesterday I seen that your uh, P, uh, managing director, Britta, John Britta's wife is the general manager on deportation to KRA പദ്ധതി മനസ്സിലായില്ലേ അതുകൊണ്ട് ദയവേറി ഞാൻ ഒന്നും പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ നടക്കട്ടെ ഏതാച്ചാൽ നടക്കട്ടെ കാരണം എന്താന്ന് വെച്ചാൽ നമുക്കൊന്നും പറയട്ടൊന്നും കാര്യമില്ല ഇനി ഞാൻ പറയേണ്ടത് നല്ല കാര്യങ്ങൾ മാത്രമേ പറയൂ എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് പക്ഷേ എങ്കിലും നല്ലത് ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക് നല്ലത് പറഞ്ഞു തരേണ്ട ചുമതലയുണ്ടല്ലോ അത്ര മാത്രമേ എനിക്ക് കാരണം എന്താന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണല്ലോ everybody has got their own opinion everything so let them do what അവർ ദേ വാണ്ട് ആൻഡ് നമ്മൾ വളരെ ബ്രില്യൻ്റ് ആണ് വളരെ വളരെ നല്ല നല്ല ആളുകളാണ് വളരെ നമ്മുടെ Keralite but if they go out, then they are becoming brilliant. Where that brilliancy you are not utilizing within Kerala. That is a peculiar thing actually. Now, we have to forecast future manpower requirement and uh, uh, you know mathematical projection എത്ര വേക്കൻസി വരും ആറ് മാസത്തിനുള്ളിൽ എത്ര വരും അതായത് ഓരോരോ കേഡറിൽ ഇപ്പൊ നമുക്ക് ഇതായിക്കോട്ടെ വില്ലേജ് ഓഫീസർ ആയിക്കോട്ടെ അല്ലെങ്കിൽ തഹസിൽദാർ ആയിക്കോട്ടെ കലക്ടർ ആയിക്കോട്ടെ പല സ്ഥലങ്ങളിൽ ഒരു പല പല പല പല പല വേക്കൻസി വരും പല അതേമാതിരി പോലീസിലായിക്കോട്ടെ വേറെ ഏത് ഏത് ഏരിയയിലായിക്കോട്ടെ അത് നമ്മൾ മാത്തമാറ്റിക്കൽ പ്രൊജക്ഷൻ സയന്റിഫിക് പ്രൊജക്ഷൻ ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ തയ്യാറാക്കി വെക്കണം അതുകൊണ്ട് ഡിലേ പാടില്ല വേക്കൻസി ഫില്ലപ്പ് ചെയ്യാൻ കാരണം ചില പോസ്റ്റ് പെട്ടെന്ന് പെട്ടെന്ന് ഫില്ലപ്പ് ചെയ്യണം അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ട് വരും ഉദാഹരണം നമ്മുടെ ഈ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഡോക്ടറല്ലേ വിചാരിക്കുക എന്തായിരിക്കും സ്ഥിതി ഡോക്ടറെ അപ്പോയിന്റ് ചെയ്തില്ല വിചാരിക്കുക ആ ഡോക്ടർ റിട്ടയർ ആയി പോയി വിചാരിക്കുക അപ്പൊ മുന്നേ പുതിയ ആള് വരാൻ ഈ ഒരു പത്ത് ദിവസം കൂടി പിടിക്കുക പത്ത് ദിവസം പോസ്റ്റ്മോർട്ടം ചെയ്യണ്ടേ അപ്പോ പത്ത് ദിവസം പോസ്റ്റ്മോർട്ടം ചെയ്യണ്ടേ അപ്പോ അങ്ങ് നടത്തണ്ടേ അതാ സംഭവിച്ച് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതാ ഞാൻ പറയാം എന്നിട്ട് മറ്റുള്ള മെഡിക്കൽ കോളേജിൽ നിന്ന് ഓടി ഓടി ഓടി വന്ന് ഓടി വന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട് മനസ്സിലായി അങ്ങനെയുണ്ട് പരിപാടി അപ്പൊ അത് പിന്നെ എന്താ പറയണ്ടേ നമ്മളെ വളരെ പ്ലാനിങ് വേണം ഓരോരോ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരും പിന്നെ ഫോർകാസ്റ്റിംഗ് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു പിന്നെ അടുത്തത് ഇൻവെന്ററിങ് പ്രസന്റ് എംപ്ലോയി ആദ്യമായിട്ട് നമുക്ക് ഇപ്പൊ എത്ര എംപ്ലോയീസ് ഉണ്ട് നോക്കണം എത്ര അടി ആവശ്യമില്ലാതെ ഒരാളെ റിക്രൂട്ട് ചെയ്യരുത് പൊളിറ്റിക്കൽ പ്രഷറോടോ വേറെ ഏതെങ്കിലും നിങ്ങൾ അനുകൂലമായി നിങ്ങൾ അനാവശ്യമായ ആളുകളെ റിക്രൂട്ട് ചെയ്താൽ അവരെ പിരിച്ചുവിടാൻ നിങ്ങൾക്ക് എളുപ്പമല്ല അത് ശ്രദ്ധിക്കണം പിൻവാതിൽ കൂടി മുൻവാതിൽ കൂടി സൈഡിൽ കൂടി മോ ടോപ്പിൽ കൂടി താഴെ കിടക്കുക ആളുകൾ വരുന്നുണ്ടല്ലോ പക്ഷേ once you give the appointment, it will be difficult to remove them as per rules. Very, very difficult actually process. So think before you act. And always think you know yourself you do according to your conscious if conscious is very clear then only you should do that don't try to please the boss ഇന്ന് പിന്നെ ഒരു കാര്യമുണ്ട് എല്ലാം ബോസിന് പ്ലീസ് ചെയ്യേണ്ട ഏർപ്പാടാണല്ലോ കംപ്ലീറ്റ് എല്ലാം എല്ലാ കാര്യത്തിലും ബോസിനെ പ്ലീസ് ചെയ്യണം ബോസ് കണ്ണു തുറച്ചാൽ തീർന്നു പരിപാടി അത് അങ്ങനെയല്ല ഞങ്ങളൊക്കെ ഇതേമാതിരി ബോസുമാരെ കണ്ടിട്ട് വന്നിട്ട് ഒരാൾ നമ്മുടെ അടുത്ത് കണ്ണു കുറിക്കാൻ വന്നിട്ടില്ല ഞങ്ങളുടെ അടുത്ത് ഒരൊറ്റ റെക്കമെൻഡേഷൻ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുമില്ല ഈ പത്ത് ഇരുപത്തിയൊമ്പത് കൊല്ലം റിക്രൂട്ട്മെന്റ് ചെയ്ത ഈ ഞാൻ എൻ്റെ അടുത്ത് എണ്ണം റെക്കമെൻഡേഷൻ കൊണ്ട് വീട്ടിലും വന്നിട്ടില്ല ഓഫീസിലും വന്നിട്ടില്ല ധൈര്യമില്ല നമ്മളോട് പറയാൻ അത് നമ്മുടെ അടുത്ത് പറ്റൂല മനസ്സിലായോ സോ കാരണം എന്തറിയോ we have got social responsibility we are responsible to the society society is no consist of poor and rich okay and they are all having equal right for the job ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം അതായത് മിഞ്ഞാന്ന് നമ്മുടെ ഹൈക്കോടതിയിലത്തെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു ആ ജഡ്ജ്മെന്റിൽ അത് ഒരു ഒരു ജഡ്ജേ ഉള്ളൂ ഞാൻ മറ്റുള്ളവരെ കുറ്റം പറയല്ല ഒരു ജഡ്ജാണ് ഉള്ളൂ ഇന്ന് ഈ നാൽപ്പത്തിനാല് ജഡ്ജില് വളരെ നമ്മളെ അട്രാക്ട് ചെയ്യുന്നതും വളരെ നല്ല അയാളുടെ ജഡ്ജ്മെന്റ് അയാളുടെ പേരും പറയുന്നില്ല ഞാൻ കാരണം അപ്പൊ ഞാൻ പേര് പറഞ്ഞ ബാക്കിയുള്ളവർക്ക് മോശം തോന്നില്ലേ അതല്ല ഞാൻ പറയുന്നത് അദ്ദേഹം പറയുന്നുണ്ട് ഒരു പോയിന്റ് ഡെയിലി കേരളത്തിലെ ക്രിമിനൽ കേസസ് വർദ്ധിച്ചു വരികയാണ് ഡെയിലി പറയേണ്ട ആവശ്യമില്ലല്ലോ ഇന്ന് രാവിലെ നടന്നു ഇന്നലെയും നടന്നു രണ്ട് കോഴിക്കോട്ട് പെൺകുട്ടി ആൺകുട്ടിയും മരിച്ചു രണ്ടുപേരും മരിച്ചു ഇന്ന് രാവിലെ റിപ്പോർട്ടുണ്ട് രണ്ടുപേരും മരിച്ചു പോട്ടെ ഇത് അപ്പൊ വേറെ നടത്തണം അങ്ങനെ ക്രിമിനൽ കേസസ് കൂടി കൂടി കൂടി കൂടി കൂടി വരണം കേരളത്തില് one of the reason for this increase of domestic violence criminal cases in Kerala is lack of employment okay lack of employment അപ്പൊ അവര് പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ ബാക്കി പറയേണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ മറക്കരുതേ ഏകദേശം നാൽപ്പത് ലക്ഷം മുതൽ നാൽപ്പത്തഞ്ച് ലക്ഷം നമ്മുടെ ഔട്ട്സൈഡ് ഉള്ള സ്റ്റേറ്റിലുള്ള ആളുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോ അവരുടെ ഗൾഫാണത് നമുക്ക് ജോലി ചെയ്യാൻ വയ്യ അപ്പൊ അനുഭവിച്ചേ പറ്റൂ മനസ്സിലായില്ലേ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അനുഭവിച്ചേ പറ്റൂ കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റുള്ള സ്റ്റേറ്റിനെയാണ് എല്ലാ കാര്യത്തിനും ഡിപ്പെൻഡ് ചെയ്യണത് മറ്റുള്ള സ്റ്റേറ്റിനെയാണ് നമ്മൾ സ്വമേധയാ നമ്മൾ ജോലിയും ചെയ്യില്ല യാതൊന്നും ചെയ്യില്ല അപ്പോൾ നമ്മളിതൊക്കെ അനുഭവിച്ചേ പറ്റൂ കാരണം നമ്മൾ ജോലി ചെയ്യണമെങ്കിൽ പുറത്തു പോയാൽ മാത്രമേ നമ്മൾ ജോലി ചെയ്യുന്നുള്ളൂ ഇവിടെ നമ്മൾ സ്വയം ജോലി ചെയ്യാൻ ഈ ഒന്നും പ്രശ്നമൊന്നുമില്ലല്ലോ ഇവിടെ തക്കാളി നൂറ്റി ഇരുപത് റുപ്യ എന്താ നമുക്ക് ഇവിടെ ഉണ്ടാക്കി ഇവിടെ അത് മറ്റേ തമിഴ്നാട്ടിൽ നിന്ന് വരണം അപ്പൊ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാം വൈറ്റ് കോളേഴ്സ് ആണ് മനസ്സിലായില്ലേ അപ്പോൾ അതേ പ്രകാരം എവിടുന്ന പൈസ കിട്ടുമോ കിട്ടില്ല അധ്വാനിക്കണോ അധ്വാനിക്കേണ്ട ഒന്നും അറിയില്ല അപ്പൊ ഇത്തരത്തിലുള്ള ക്രിമിനൽ കേസസ് ആണ് ഇപ്പൊ കൂടി വരണപ്പോൾ കേരളത്തിൽ വായിക്കൂ പത്രത്തിൽ വായിക്കൂ അല്ലെങ്കിൽ ടി വിയിൽ കാണും അതിന്റെ പ്രധാന കാരണം ഒന്ന് ജഡ്ജ് പറയുന്നത് lack of you know employment in the state ബാക്കി നമ്മളെല്ലാം ആലോചിക്കുന്നുണ്ട് ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട് ഓക്കെ നമ്പർ ത്രീ പിന്നെ അപ്പൊ ശ്രദ്ധിക്കണേ ഒരു റിക്രൂട്ട്മെന്റിനെ പറ്റി പറയുമ്പോൾ മാൻ പവർ പ്ലാനിങ്ങിനെ പറ്റി പറയുമ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ആണ് റിക്രൂട്ട്മെന്റ് വളരെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യമാണ് റിക്രൂട്ട്മെന്റ് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു പ്രാധാന്യമില്ലാത്ത പിന്നെ റിക്രൂട്ട്മെന്റിന് ഒരു പ്രാധാന്യമില്ലാത്ത ഒരു ഉത്തരവാദിത്വമില്ലാത്ത ഒരു സംസ്ഥാനമാണ് നമ്മുടെ മനസ്സിലെ പക്ഷെ ഒരു സെന്റൻസ് ഒന്നും ഞാൻ വായിക്കില്ല കേട്ടോ അതായത് നോക്കിക്കോളൂ എന്താ റിക്രൂട്ട്മെന്റ് ഇത് തേണ കേട്ടോ ഏ കേട്ടോളൂ Prussia was the first country okay in modern times to adopt an objective recruitment system ഇത് ഓരോ പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്താൽ മതി കേട്ടോ പ്രഷ്യ രണ്ട് the merit system was introduced by the East India Company in 1853 for recruitment of civil servants in India. ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലാണ് നമ്മുടെ merit system East India Company ഇന്ത്യയിൽ കൊണ്ടുവന്നത് മൂന്ന് England accepted the system in eighteen fifty seven അതായത് മെറിറ്റ് സിസ്റ്റം റിക്രൂട്ട്മെന്റിൽ ഇനി ഒരു കാര്യം കൂടി ഒന്ന് പറയട്ടെ അധികം പറയുന്നില്ല ഇതിന്റെ പ്രത്യാഘാതങ്ങളാണ് ഞാൻ പറയുന്നത് റിക്രൂട്ട്മെന്റ് പ്രോപ്പർ അല്ല എങ്കിൽ in U S A it was the spoil system at work ഒരു കാലത്ത് നമ്മുടെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നില് അമേരിക്കയിലെ ഏറ്റവും മോശമായ ഒരു അന്തരീക്ഷമായിരുന്നു recruitment system came to a partial end after the assassination of the president of united states Garfield American പ്രസിഡന്റിനെ ഒരു ആള് അതായത് ജോലി കിട്ടാത്ത ജോബ് സീക്കറെ അയാളെ കൊന്നു അമേരിക്കയിലെ പ്രസിഡന്റിനെ നയൻറ്റി എയ്റ്റീൻ എയ്റ്റി വണ്ണില് ഗാരി ഫീൽഡ് ആ അപ്പോ ബാക്കി ഞാൻ വായിക്കുന്നില്ല അതായത് അമേരിക്കൻ്റെ പ്രസിഡന്റ് ഉണ്ട് one of the richest country in the world അവിടെ ജോലിയില്ലാത്ത ഒരാളാണ് അവിടുത്തെ പ്രസിഡന്റിനെ വധിച്ചത് അപ്പൊ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ ഈ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് വളരെ പ്ലാനിങ്ങോടുകൂടി ഇമ്പാർഷ്യൽ ആയിട്ട് പാർട്ടി അഫിലിയേഷൻ ഒന്നും നോക്കാതെ മാനുഷിക ദലത്തൂടെ നടക്കേണ്ടതാണ് അത് അതാണ് മനസ്സിൽ അതായത് കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ഊട് കഴിച്ചിട്ട് മറ്റുള്ള വീട്ടിൽ പട്ടിണി എടുത്തിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഇപ്പൊ കാണുന്നത് നമ്മള് ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുക്കലാണ് ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ അതായിരിക്കരുത് അതായിരിക്കരുത് മെറിറ്റ് ഷുഡ് ബി റെക്കഗ്നൈസ് കാരണം ഇപ്പൊ റീസെന്റ് റിപ്പോർട്ട് വന്നു കണ്ടു ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ബാക്കിയൊക്കെ പോട്ടെ എന്തോ ആയിക്കോട്ടെ നമ്മൾ രാഷ്ട്രീയം എന്ന് പറയുന്നില്ല കണ്ണൂർ ഇത് വളരെ അപകടമാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറുടെ കുറെ വേക്കൻസി വരുന്നുണ്ട് അസിസ്റ്റന്റ് പ്രൊഫസറുടെ വേക്കൻസിക്ക് ആരും അപ്ലൈ ചെയ്യാൻ തയ്യാറില്ല കാരണം എന്തിനാ ഞങ്ങൾ അപ്ലൈ ചെയ്യണേ ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല പോരെ പി എച്ച് ഡി ഉള്ള കുട്ടികൾ പെൺകുട്ടികളോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ ആരായിക്കോട്ടും ഞങ്ങൾ എത്ര വേക്കൻസി ഉണ്ട് ഇരുന്നൂറോ വേക്കൻസി വരുന്നുണ്ട് അവിടെ ഞങ്ങൾ അപ്ലൈ ചെയ്യുന്നില്ല ഞങ്ങളുടെ ഞങ്ങളുടെ ടൈം ഇതിനെ വേസ്റ്റ് ചെയ്യണമെന്ന് ചോദിക്കണം എന്തായാലും അർത്ഥം ബാക്കി നിങ്ങൾ ആലോചിച്ചോളൂ അതല്ല റിക്രൂട്ട്മെന്റ് അതാണ് ഞാൻ പറയുന്നത് ഞങ്ങളൊന്നും ഇത് അനുഭവിച്ചില്ല അതാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു മെറിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത എങ്കിൽ പിന്നെ പഠിച്ചിട്ട് എന്താ കാര്യം മാത്രമല്ല അപ്പൊ നിങ്ങളെ ഞാൻ വേറൊരു കാര്യം കൂടി ആരെയും ഡിസ്കറേജ് ചെയ്യല്ല ആരെയും ഡിസ്കറേജ് ചെയ്യല്ല നമുക്കൊരു വേറൊരു കാര്യം കാര്യം നമ്മൾ യു ജി സി നെറ്റ് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് പഠി പാസ്സാവുന്നത് കാരണം ഞാൻ എത്രയോ ബാച്ചിന് കോച്ചിങ് കൊടുത്ത ആളാണ് യു ജി സി നെറ്റ് എന്നിട്ട് പാസ്സായി വിചാരിക്കുക യു ജി സി നെറ്റ് എന്നിട്ട് കോളേജിൽ കിട്ടണമല്ലോ സാധാരണ എന്താ യു ജി സി നെറ്റ് പറഞ്ഞാൽ you are likely to you can become a lecturer anywhere in India from Jammu Kashmir to Kanyakumari പക്ഷെ ഇവിടുത്തെ സ്ഥിതി എന്താ ചാക്കും കെട്ടും കൊണ്ട് പൈസയും കൊണ്ട് പോകണം എന്നാലാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾ നെറ്റ് നോക്കുന്നത് നെറ്റ് നോക്കുന്നത് അപ്പോ ഇതാണ് സ്ഥിതി അപ്പൊ ഇത് മാറണം മനസ്ഥിതി എല്ലാവരുടെയും രാഷ്ട്രീയ പാർട്ടികളായാലും ശരി ജനങ്ങളുടെ ശരി എല്ലാവരുടെയും ശരി ആ മനസ്ഥിതി മാറിയിട്ടില്ലെങ്കിൽ ഈ പ്ലാൻ ചെയ്തിട്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല അതാണ് ഞാൻ പറയുന്നത് ആരും നമ്മളെ ഡിസ്ക്രൈബ് ചെയ്യല്ല കാരണം ഞങ്ങളൊക്കെ വളരെ പ്ലാൻ ചെയ്തിട്ട് ഞങ്ങളൊക്കെ ചെയ്തതാണ് അതുകൊണ്ടാണ് പക്ഷെ ഇപ്പൊ അതൊന്നും കാണുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് പറയാൻ കാരണം പിന്നെ നെക്സ്റ്റ് അതിന്റെ അർത്ഥം പ്ലാൻ ചെയ്യേണ്ടെന്നല്ല റിക്രൂട്ട്മെന്റ് ചെയ്യണ്ട എന്നല്ല മെറിറ്റിൽ വരണ്ട എന്നല്ല പക്ഷെ എല്ലാവർക്കും ഓരോ പ്രതീക്ഷകളുണ്ട് അത് ആ പ്രതീക്ഷകളെ നമ്മൾ സബലീകരിക്കേണ്ടത് നമ്മുടെ ഭരണ നേതൃത്വമാണ് ആരായിക്കോട്ടെ ആരായിക്കോട്ടെ അതാണ് ഞാൻ പറഞ്ഞത് എങ്കിലെയാണ് equal opportunity as the constitution equal opportunity കിട്ടൂ ഇപ്പൊ ഈക്വൽ ഓപ്പർച്യൂണിറ്റി അല്ല ആണോ എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആണോ ഏഹ് എന്തായോ ഈക്വൽ ഓപ്പർച്യൂണിറ്റി അല്ല അങ്ങനെ ആവരുത് അതാണ് പറയുന്നതിന്റെ ഉദ്ദേശം ഇതിനർത്ഥം ഞാൻ പറഞ്ഞത് ഒന്നും നെഗറ്റീവ് ആയിട്ടല്ല നെഗറ്റീവ് ആയിട്ട് എടുക്കണ്ട കാരണം merit should be recognise always രണ്ടാമത്തെ ആള് രണ്ട് രണ്ടാമത്തെ പറയത് മൂന്നാമത്തെ മൂന്നാമത്തെ നിങ്ങൾ പഠിച്ചിട്ട് വരും ആ നല്ല പഠിക്കും അത് കഴിഞ്ഞിട്ട് വരൂ അങ്ങനെയല്ലേ വരേണ്ടത് അതല്ലേ വരേണ്ടത് anyway next anticipating man power problem പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇൻവെന്ററി എടുക്കണം ഇതാണ് ഞാൻ വളരെ ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരിക്കേണ്ട ആരൊന്നും തെറ്റിദ്ധരി തെറ്റിദ്ധരിക്കണ ഞാൻ but is happening here that I am just telling I am least bothered about also കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം it is better not to talk കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ പറയണ്ടേ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഈവൻ ഇന്നലെ ഇന്നലത്തെ പോലും ഞാൻ ആ റിപ്പോർട്ട് കിട്ടിയപ്പോൾ മനസ്സ് തകർന്നു പോയി കാരണം എന്താ വെച്ചാൽ ജോൺ ബ്രിട്ടാസിന്റെ മകളെ ഭാര്യയെ കൊണ്ടിട്ട് ജനറൽ മാനേജറാക്കി വരുന്നത് അതിന്റെ പുറമെ ജയകുമാർ നമ്മുടെ കാലിക്കറ്റ് വൈസ് ചാൻസലറാണ് പാലടി വൈസ് അവിടെ ഒഫീഷ്യേറ്റിംഗ് ചെയ്തിട്ട് ബി എ പാസ്സാവാത്ത ആളുകളെ എം എ തന്നെ മനസ്സിലായില്ലേ യഥാർത്ഥത്തിലുള്ള സാഹചര്യം ആയതുകൊണ്ട് ഞാൻ വെറും ലെസണിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം തെറ്റിദ്ധരിക്കരുത് കാരണം ആകെ എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ വളർന്ന് വള വലിയ ആളുകളാവുമ്പോൾ മനുഷ്യ മനുഷ്യത്വമാര് നമ്മളെല്ലാവരും പെരുമാറാൻ വേണ്ടിയിട്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ടും നിങ്ങൾ ഏതെങ്കിലും പോസ്റ്റിൽ പബ്ലിക് ഇതിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പഠിക്കുക അല്ലാതെ നമ്മളെ അവരിത് പറഞ്ഞു ഇവരിത് പറഞ്ഞു ഈ പൊളിറ്റിക്കൽ ബോസ് പറഞ്ഞു ഞാൻ അതൊക്കെ ഞങ്ങൾക്കൊക്കെ പൊളിറ്റിക്കൽ ബോസ് ഉണ്ടായിട്ടുണ്ട് ആരും ഞങ്ങളോട് തെറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടില്ല എത്രയോ പൊളിറ്റിക്കൽ ബോസ് നമുക്ക് അല്ല സോറി പൊളിറ്റിക്കൽ അല്ല നമ്മുടെ എഫിഷ്യന്റ് ആയിട്ടുള്ള വളരെ വളരെ ഇന്റർനാഷണലി റെനൗണ്ട് ആളുകൾ നമ്മുടെ ബോസ് ഉണ്ടായിട്ടുണ്ട് ഞങ്ങളോട് തെറ്റ് ചെയ്യാൻ വേണ്ടി ആരും പറഞ്ഞിട്ടില്ല അപ്പൊ അത് ശ്രദ്ധിക്കുക Don't lose your identity wherever you are. Don't work under pressure. God has given certain brain. Apply your brain to do according to your conscience what is correct and what is wrong. Don't try to please somebody under pressure or something like that. You will be in trouble. If you are doing that, then if it is not today, tomorrow you will be in trouble. സത്യസന്ധതയോടുകൂടി ജോലി ചെയ്താൽ നിങ്ങൾ പേടിക്കണ്ട അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് അനുഭവിക്കേണ്ടി വരും ചില സമയത്ത് ഇതാണ് ഗവൺമെന്റ് ഉദ്യോഗത്തിനെ പറ്റി എനിക്ക് പറയാനുള്ളത് സത്യസന്ധതയോടുകൂടി ജോലി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഇപ്പോഴും എത്രയോ ആളുടെ സെറ്റിൽമെന്റ് പോലും കിട്ടിയിട്ടില്ലല്ലോ റിട്ടയർ ചെയ്തിട്ട് അങ്ങനെ സംഭവിക്കും അതിന് ഇടവരുത്തരുത് എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇവരൊക്കെ എസ്കേപ്പ് ചെയ്യും രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം എസ്കേപ്പ് ചെയ്യും ഞങ്ങൾക്കൊന്നും അറിയില്ലെന്ന് പറയും കൈയെഴുതും നിങ്ങൾ കൊടുക്കുകയും ചെയ്യും മനസ്സിലായില്ലേ അപ്പൊ അതിനെ ഇടപെടുത്തരുതെന്നാണ് പറഞ്ഞത് പിന്നെ next in the man power problem പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലയിടത്ത് മാൻ പവർ കിട്ടാൻ സാധിക്കില്ല ചിലയിടത്ത് മാൻ പവറിന്റെ ഷോർട്ടേജ് ഉണ്ടായിരിക്കും അപ്പൊ നമ്മളെ ആന്റിസിപ്പേറ്റ് എവിടുന്ന് ആളെ കിട്ടുക അതും കൂടി ശ്രദ്ധിക്കണം കാരണം ചില കാറ്റഗറി ആളുകൾ കിട്ടില്ല അപ്പൊ നമ്മളെ മുമ്പേ കൂട്ടി നമ്മളെ കണ്ടുവെക്കണം മാൻ പവർ പ്ലാനിങ് വേണം I, we have to identify from where and what are the problems actually manpower problem പിന്നെ അല്ലെങ്കിൽ അവർ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണം പിന്നെ ചില സർട്ടൻ പ്രൊജക്റ്റ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ സ്പെസിഫിക് ക്വാളിഫൈഡ് ഉള്ള ആളുകളുണ്ട് ആവശ്യമാണ് പിന്നെ റിക്വയർമെന്റ് ഫോർകാസ്റ്റ് ചെയ്യണം പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ്ലി നമ്മൾ ഇതൊക്കെ നമ്മൾ ആലോചിക്കണം പിന്നെ planning the necessary programmes or recruitment selection recruitment selection ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് റിക്രൂട്ട്മെന്റ് പ്രോപ്പറായി റിക്രൂട്ട്മെന്റ് നടത്തുക സെലക്ഷൻ പ്രോപ്പറായി നടത്തുക ട്രെയിനിങ് പ്രോപ്പറായി നടത്തുക ഡെവലപ്മെന്റ് പ്രോപ്പറായി നടത്തുക ഡിപ്ലോയ്മെന്റ് അതായത് നിങ്ങൾ പ്ലേസ്മെന്റ് ആളുകളെ വേണ്ട സ്ഥലത്തെ യോഗ്യരായ ആളുകളെ വിൽക്കുക അതാണ് ഡിപ്ലോയ്മെന്റ് അതായത് യുവർ യുനോ പ്ലേസ്മെന്റ് അതാത് സ്ഥാനത്ത് വളരെ യോഗ്യന്മാരെ വയ്ക്കുകയാണ് ഡിപ്ലോയ്മെന്റ് പിന്നെ യൂട്ടിലൈസേഷൻ ആളുകളെ പ്രോപ്പറായി യൂട്ടിലൈസ് ചെയ്യുക ശമ്പളം മാത്രം കൊടുത്താൽ പോരാ അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണം ഏത് ജോലിയാണ് അവർ മിടുക്കന്മാരെ വെച്ചാൽ ആ ജോലി അവരെ സമർത്ഥമായി ജോലി ചെയ്യാൻ വേണ്ടി അനുവദിക്കുക അതിനുള്ള ഫ്രീഡം കൊടുക്കുക പിന്നെ വേറൊന്ന് ട്രാൻസ്ഫർ യെസ് ട്രാൻസ്ഫറിനും പല ക്രൈറ്റീരിയൻ്റെ ഒരു സീറ്റിലെ ചിലപ്പോൾ രണ്ടോ മൂന്നോ വർഷത്തിന് ശേഷം അവർ ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ ആവും ബാങ്കിലൊക്കെ അങ്ങനെയാണല്ലോ അപ്പൊ ട്രാൻസ്ഫറിന് അതൊരു പനിഷ്മെന്റ് അല്ല That if from one place to another place, you are just moving and you are likely to serve anywhere in the state. If you are a state government employee, if you are central government employee, you are likely to serve anywhere in the country. That is the law. അപ്പോൾ ഈ ട്രാൻസ്ഫർ ഉണ്ട് നിങ്ങൾക്ക് പല ഉപകാരങ്ങളുണ്ടാവും പഠിക്കാനും പറ്റും പലതും നിങ്ങൾക്ക് കാണാൻ ഇതൊക്കെ നല്ല ചാൻസ് ഉണ്ടായിരിക്കും അത് ട്രാൻസ്ഫർ എന്ന് ഞാൻ പോലെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വീട്ടിലിരിക്കേണ്ടി വരും കേട്ടോ ഏഹ് അതുകൂടി ഉണ്ടേ നിങ്ങളെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് പോയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ വീട്ടിലിരിക്കേണ്ടി വരും കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ അപ്പോയിൻമെന്റ് ലെറ്റർ ഉണ്ട് അതായത് during your service you you are likely to serve anywhere Kasaragod ആയിക്കോട്ടെ തിരുവനന്തപുരത്ത് ആയിക്കോട്ടെ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ആണിന് ആണായാലും ശരി പെണ്ണായാലും ശരി ഒരു മുൻഗണനയും ഇല്ല എംപ്ലോയീസ് എല്ലാം ഒരേ അപ്പൊ ചില സമയത്ത് ആ കാസർഗോഡ് ജോലി വേണ്ടി വരും വയനാട് ജോലി വേണ്ടി വരും എല്ലാം ഇപ്പൊ നിങ്ങൾ ഐ എസ് ഓഫീസേഴ്സ് കാണാമല്ലോ എല്ലാവരും എല്ലായിടത്തും ജോലി ചെയ്യുന്നില്ലേ അപ്പൊ അത് ശ്രദ്ധിക്കുക പിന്നെ compensation and motivation so promotion പിന്നെ അത് കഴിഞ്ഞിട്ട് കോമ്പൻസേഷൻ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള നിങ്ങളുടെ ഇൻക്രിമെന്റ് ചില സമയത്ത് ഉണ്ടായിരിക്കും പിന്നെ motivation we to motivate the people also to work to produce better പിന്നെ അപ്പൊ ഇതൊക്കെ നമുക്ക് വളരെ ആവശ്യമാണ് അപ്പൊ man power planning and human resource planning are synonymous അതായത് മാൻ പവർ പ്ലാനിങ്ങും ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങും ഒന്ന് തന്നെയാണ് അതായത് man power planning is the process including forecasting developing developing implementing and controlling by which a firm ensures that it is the right number of people and the right kind of people at the right places അപ്പൊ ഞാൻ പറഞ്ഞതാണ് അറ്റ് ദ റൈറ്റ് ടൈം നമ്മൾ റിക്രൂട്ട് ചെയ്യേണ്ടത് റൈറ്റ് ടൈമിലായിരിക്കും അതായത് ഇപ്പൊ വേണ്ടത് നിങ്ങൾ ആറുമാസം കഴിഞ്ഞ് റിക്രൂട്ട് ചെയ്താൽ വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ചില സമയത്ത് വളരെ ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ ഒരു വണ്ടി ട്രെയിനിൽ ട്രെയിനിൽ D T R D T ഇല്ല വിചാരിക്കുക എന്തായിരിക്കും ഇത് ആളുകളൊക്കെ എ സിയിലും സെക്കൻഡ് എ സിയും ഫസ്റ്റ് എ സിയിലൊക്കെ കയറി കൂടും ഗവൺമെന്റിനുള്ള പൈസ അതായത് ചാർജ് എഴുതാനുള്ള ടി ടി e ഇല്ല വിചാരിക്കുക ഗവൺമെന്റ് റെയിൽവേക്ക് ഭയങ്കര ലോസ് ഉണ്ടായിരിക്കും അപ്പോൾ മാൻ പവർ എവിടെ വേണോ അവിടെ നമ്മൾ പെട്ടെന്ന് ചെയ്യണം ഇപ്പൊ എക്സൈസ് ആയിക്കോട്ടെ ഒക്ട്രോയ് ആയിക്കോട്ടെ വേറെ എവിടെയെങ്കിലും ആയിക്കോട്ടെ കസ്റ്റംസ് ആയിക്കോട്ടെ ആളുകളെ വേണം അല്ലെങ്കിൽ ഗോൾഡും മറ്റു ഇതൊക്കെ സ്മഗ്ലിങ് നടക്കും അവിടെ അതാത് സ്ഥാനത്ത് നമ്മുടെ ആളുകളെ പെട്ടെന്ന് പെട്ടെന്ന് വെക്കണം okay next so according to Gessner, manpower planning is the process including forecasting, developing, implementing, controlling, by which a firm ensures that it is the right number of people and the right kind of people and right places at the right time doing work for which they are economically most useful. മനസ്സിലായില്ലേ അപ്പൊ ഞാൻ കുറെ പറഞ്ഞതാണ് പിന്നെ അടുത്തത് objectives of human resources planning objectives of human resources planning നിങ്ങളുടെ ബുക്കിലുള്ളതല്ല അത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ ബുക്കിലേക്ക് വരാം objectives of manpower planning are mainly one കാരണം ഇത് കുറച്ചും കൂടി സിമ്പിൾ ആണ് അതുകൊണ്ട് നിങ്ങൾ ഞാനിത് പിന്നെ അത് ബുക്കിലേക്ക് പോവാം കേട്ടോ അതായത് objectives of manpower planning are mainly one to ensure optimum use of human resources currently employed കമ്പനിയിലെ നിങ്ങളുടെ എത്ര ആളുകളുണ്ടോ അവരെ ഓപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യുക രണ്ട് to assess or forecast future skill requirement ഈ organisation overall objectives are to be account ചില സമയത്ത് ഫ്യൂച്ചറിൽ നിങ്ങൾ ഏത് വിധത്തിലുള്ള ആളുകളെ നിങ്ങൾക്ക് വേണം ഏത് സ്കില്ലുള്ള ആളുകൾ വേണം അത് നിങ്ങൾ ഫോർകാസ്റ്റ് ചെയ്യുക അതായത് ഇതേ നമുക്ക് പോസ്റ്റലിൽ അടുത്ത പ്രാവശ്യം വേണ്ടി വരിക കാരണം ചിലപ്പോൾ ഹൈ ഇതായിട്ടുള്ള ചിലത് വേണ്ടി വരും ചില സമയത്ത് അതിനനുസരിച്ച് ആളുകളെ നമ്മളെ ഐഡന്റിഫൈ ചെയ്യുക അടുത്ത് to provide control measures to ensure that necessary resources are available at and when required. അതായത് control measures to ensure that necessary resources are available as and when required. അടുത്തത് to determine optimum training levels. നോക്കൂ training is a must അതായത് എനിക്ക് വേണ്ടി ഞാൻ എല്ലാം പഠിച്ചു എന്ന് പറയരുത് ദയവ് ചെയ്തിട്ട് ഒന്നുമില്ല learning is a continuous process learning is tell end of your life എനിക്ക് ആ ക്വാളിഫിക്കേഷൻ ഡേ എനിക്ക് ഈ ക്വാളിഫിക്കേഷൻ ഡേ എനിക്ക് ഒരു ട്രെയിനിങ് വേണ്ടേ എന്ന് പറയരുത് ട്രെയിനിങ് ഇല്ലാതെ പറ്റില്ല കാരണം നിങ്ങൾ ചില ഒരു ഓർഗനൈസേഷൻ ജോയിൻ ചെയ്ത സമയത്ത് നിങ്ങൾ പുതിയ ആളായിരിക്കും ആ ഓർഗനൈസേഷന്റെ ഫങ്ഷനിങ് പറ്റി അറിയണം ആദ്യം എന്താണ് പ്രൊഡക്ഷൻ ഫിലോസഫിയെ പറ്റിയിട്ട് അറിയണം കസ്റ്റമറെ പറ്റി അറിയണം എൻവയോൺമെന്റിനെ പറ്റി അറിയണം സർവീസ് കണ്ടീഷനെ പറ്റി അറിയണം ഡിസിപ്ലിനറി മാറ്റേഴ്സിനെ പറ്റി അറിയണം അപ്പോ ട്രെയിനിങ്ങിലൂടെയാണ് ഇതൊക്കെ സാധിക്കൂ അടുത്തത് to provide a basis management development what ഈ management development programme it is for the senior level people that management development എന്ന് വെച്ചാൽ നമ്മുടെ മാനേജേഴ്സ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ അതേമാതിരിയുള്ള ആളുകൾക്ക് അവർക്ക് ഡെവലപ്മെന്റൽ പ്രോഗ്രാംസ് കൊടുക്കണം എന്താ കാരണം എന്നറിയോ അവർ പഠിച്ചു കൊണ്ടുവന്ന ഇപ്പൊ യൂണിവേഴ്സിറ്റി പഠിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഓഫീസറായ ആ ഇതെല്ലാം അത് കഴിഞ്ഞിട്ട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും നോക്കൂ ബാങ്കിൽ നോക്കൂ മാനേജേഴ്സ് അത് അപ്ഡേറ്റ് ചെയ്യണം എന്താണ് ഇന്റർനാഷണൽ ഇത് monetary this thing economic conditions and everything, update ചെയ്ത നോളേജ് സോ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് അത് അവിടെ ഇരിക്കില്ല നടക്കില്ല നടക്കുക സ്റ്റാഫ് ട്രെയിനിങ് സെന്ററോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെന്യൂലായിരിക്കും മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാം കാരണം away from the work place management development programme ഓഫീസിന്റെ ഉള്ളിലായിരിക്കില്ല മിക്കവാറും കാരണം ഓഫീസിന്റെ ഉള്ളിലാണെന്ന് വെച്ചാൽ അവർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കും അവരെ കോൺസെൻട്രേഷൻ പോകും അത് ഒന്നുമില്ല സ്റ്റാഫ് ട്രെയിനിങ് കോളേജിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെനുവിലോ ഹോട്ടലിലോ വേറെ എവിടെയെങ്കിലും ആയിരിക്കും എന്നിട്ട് അവിടെ എക്സ്പേർട്സ് വന്നിട്ട് അവർ ലെക്ചർ ഡെലിവറി ചെയ്യും അതപ്പോ അപ്പോൾ മോഡേൺ പുതിയ പുതിയ കാര്യങ്ങളെ ഓരോന്ന് ഓരോന്ന് ഓരോന്ന് അവർ പറഞ്ഞു നമുക്കത് വളരെ ഉപകാരപ്രദമാകും പിന്നെ to the cost the man power in new project ഓരോരോ പ്രൊജക്ട് വരുന്ന സമയത്ത് എത്ര മാൻ പവർ വേണം ഇതൊക്കെ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യണം ഓരോരോ പുതിയ പുതിയ പ്രൊജക്ട് വരുമ്പോൾ എത്ര മാൻ പവർ വേണമെന്ന് നമ്മളെ ശ്രദ്ധിക്കണം കൂടുതൽ ആളുകളെ ആദ്യം വെക്കരുത് മെല്ലെ മെല്ലെ മെല്ലെ കുറേശ്ശെ കുറേശ്ശെ ആളുകളെ ഇങ്ങനെ നമ്മൾ വെക്കാൻ പറ്റൂ ഓക്കെ പിന്നെ ടു അസിസ്റ്റ് പ്രൊഡക്ടിവിറ്റി ബാർഗനി അതെന്താണ് നമ്മുടെ ആളുകളുടെ ആവശ്യങ്ങൾ ഇടയ്ക്ക് കലക്റ്റീവ് ബാർഗനി എന്തെങ്കിലും സാലറിയോ അതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശമ്പളം ഫിക്സ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ അറിയുക അതായത് ആളുകളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ് ശമ്പളം മനസ്സിലായില്ലേ അല്ല അതായത് വെദർ നമ്മൾ ചിലപ്പോൾ ബാർഗൈനിങ് വേണ്ടി വരും you can we will pay this much and after six month will increase this much അങ്ങനെയൊക്കെ കുറെ ചില നെഗോഷിയേഷൻ നടക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമുക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റിയില്ല എന്ന് വരും നമുക്ക് we to see the performance of the individual contribution which is going to make then automatically salary will be increase അങ്ങനെയാണ് പിന്നെ അടുത്തത് പറയാനുള്ളത് ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് പല ലെവലിലുണ്ട് ഒന്ന് നാഷണൽ ലെവലിലുണ്ട് രണ്ട് സെക്ടർ വൈസ് ഉണ്ട് മൂന്ന് ഇൻഡസ്ട്രി വൈസ് ഉണ്ട് നാല് അതായത് ഇൻഡിവിജ്വൽ യൂണിറ്റ് ബേസ്ഡ് ഉണ്ട് ഞാൻ പറയാൻ എന്താണ് അതായത് man power planning makes for different purposes at different levels national ലെവലിൽ എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓരോരോ ഡിപ്പാർട്ട്മെന്റിലും എത്ര വേക്കൻസി ഉണ്ട് വരാൻ പോകുന്നുണ്ട് ഇതെല്ലാം പ്രൊജക്ട് ചെയ്യും അതിലെ educational qualification I S officers വേണോ മറ്റ് വേറെ എന്തെങ്കിലും വേണോ class one class two A group B group C group അങ്ങനെ ഓരോരോ മിനിസ്ട്രിയിലും ആവശ്യമുണ്ടാവാതെ സെൻട്രൽ ഗവൺമെന്റ് പ്ലാൻ ചെയ്യും റിക്രൂട്ട്മെന്റ് ചെയ്യും പല ലെവലിലും പല വിധത്തിലാണ് ചിലത് യു പി എസ് സി ആണ് ചിലത് വേറെ ചിലരാണ് നടത്തുക അതനുസരിച്ചിട്ടായിരിക്കും അത് നാഷണൽ ലെവൽ സെക്ടർ വൈസ് എന്ന് വെച്ചാൽ agriculture sector industrial sector service sector മനസ്സിലായോ അതിനനുസരിച്ചുള്ള ആളുകൾ അടുത്തത് industry wise chemical industry textile industry engineering industry plantation അവിടെ ഏത് വിധത്തിലുള്ള ആളുകളാണ് വേണ്ടത് അതിൻ്റെ മെയിൻ പവർ പിന്നെ ഇൻഡിവിജ്വൽ യൂണിറ്റ് ബേസ് ഓരോരോ യൂണിറ്റിലെ this would cover man power news of a particular ഒരു ഒരു ഒരു എത്ര ആൾ വേണം അതനുസരിച്ചിട്ട് പിന്നെ വേറെ types of planning types of planning ഒന്ന് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ പ്ലാനിങ് ഉണ്ട് ഫോർമൽ ഉണ്ട് ഇൻഫോർമൽ ആയിട്ടും പ്ലാനിങ് ഉണ്ട് രണ്ടാമത് റീപ്ലേസ്മെന്റ് പ്ലാനിങ് ഉണ്ട് അതായത് ആളുകൾ പോകുമ്പോൾ അതിന് റീപ്ലേസ്മെന്റ് കൊടുക്കണ്ടേ ചിലവർ റിസൈൻ ചെയ്ത് പോകും ചിലപ്പോൾ റിട്ടയർ ചെയ്ത് പോകും ചിലവരെ സാക്ക് ചെയ്യും അപ്പൊ റീപ്ലേസ്മെന്റ് വേണ്ടേ അതിനും പ്ലാനിങ് വേണം പിന്നെ അടുത്തത് ടൈം സ്പാൻ സമയം സമയത്തിന്റെ സമയത്തിന്റെ സമയത്തിനുള്ളിൽ വേണം പിന്നെ വേറൊന്ന് uh, a further and useful turning distinction among plans describe three types of including uh, adaptive planning അതായത് എല്ലാ പ്ലാനിങ്ങും നമ്മൾ സ്വീകരിക്കണം പല കാര്യങ്ങളും രണ്ടാമത്തെ കണ്ടിൻജൻസി പ്ലാനിങ് ആ ശ്രദ്ധിക്കണേ കണ്ടിൻജൻസി പ്ലാനിങ് ഉണ്ടാവും കാരണം നമ്മുടെ ചില സമയത്ത് ആളുകളെ സഫീഷ്യൻ്റ് ആവില്ല ചിലപ്പോൾ കണ്ടിൻജൻസി പ്രത്യേകിച്ച് ചില സമയത്ത് അനവധി ആളുകളെ ആവശ്യം വരും അപ്പോൾ ആ കണ്ടിൻജൻസി പ്ലാനിങ്ങും ഉണ്ടാവും പിന്നെ real-time planning in which managers and planners cooperate in handling unanticipated even as they occur. Real-time planning. Real-time planning Barna, in which managers and the planners cooperate in handling unanticipated events as they occur പറയാം അപ്പൊ ഇതാണ് അങ്ങനെ അങ്ങനെ പോകുന്നു കഥ ഇനി ഞാൻ നിങ്ങളുടെ ബുക്കിലേക്ക് പ്രവേശിക്കട്ടെ അപ്പോ H R planning occurs at several level ഞാൻ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സ്ട്രാറ്റജിക് മാൻ പവർ പ്ലാനിങ് വളരെ വളരെ വളരെ സ്ട്രാറ്റജിക് ആയിട്ടായിരിക്കണം കാരണം to counteract pulls and pressures of globalisation നോക്കൂ നമ്മുടെ ലോകം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ ഈ ഗ്ലോബലൈസേഷന്റെയും ഓരോരോ കമ്പനിയുടെ ഓരോരോ അങ്ങോട്ടും ഇങ്ങോട്ടും മറിതറും മതും ഇതൊക്കെ നടക്കുന്ന സമയത്ത് പുഷ് ആൻഡ് പുൾസ് ഒക്കെ പലതും ഉണ്ടായിരിക്കും പ്രഷർ ഉണ്ടായിരിക്കും അപ്പോ നമ്മുടെ ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ് ഈസ് റിക്വയർഡ് അപ്പൊ നമ്മൾ ഐ ടിയിലൊക്കെ കാണാൻ ഓരോ പ്ലാനിങ് എത്ര ആളുകളെ വെക്കണം ഓരോരോ കമ്പനി ഏറ്റെടുക്കുമ്പോഴും ഒക്കെ പല കാര്യങ്ങളുണ്ട് ചിലപ്പോ നോക്കൂ നമ്മുടെ ബി പി സി എൽ അതേമാതിരിയുള്ള പല കമ്പനികളും വിൽക്കുകയാണ് ട്രിവൻഡ്രം എയർപോർട്ട് അപ്പൊ നമ്മുടെ പണ്ടത്തെ സ്റ്റാഫ് ഒന്നും ഉണ്ടാവില്ല എയർ ഇന്ത്യ അതും വിൽക്കുകയാണ് അപ്പൊ പണ്ടത്തെ സ്റ്റാഫ് ഒന്നും ഉണ്ടാവില്ല ഇരുപതിനായിരം മുപ്പതിനായിരം ഉണ്ടായിരം ഒക്കെ പോയിട്ട് അയ്യായിരം ആളാവും ചില സമയത്ത് അപ്പൊ ഇത് strategy planning is required sometimes എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം കൂടുതൽ ആളുകളെ നമുക്ക് വെക്കാൻ പറ്റില്ല പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറയുക ഇതിലെ സോഷ്യൽ ഓബ്ലിഗേഷൻ എന്ന ഒരു ഘടകം നമ്മൾ കാലക്രമേണ അത് ഇല്ലാതെയാവും കാരണം എന്തെന്ന് വെച്ചാൽ ഈ വിക്കലും വാങ്ങലും നമ്മുടെ ഓരോരോ കമ്പനി ഉരുക്കി തൂക്കി വിക്കലും ഇക്കാവുമ്പോൾ നമ്മുടെ ഈ S C S T reservation ഇതൊക്കെ എന്ത് ചെയ്യും അവരെവിടെ പോകും ജോലി ചെയ്യാൻ അപ്പൊ നോക്കുള്ളൂ ബി ബി സി എൽ പണ്ടത്തെ ഹയസ്റ്റ് പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനിയാണ് അതാണ് നോക്കാൻ പോണം ട്രിവാൻഡ്രം എയർപോർട്ട് അഡാനി ഏറ്റെടുത്തു എന്ത് റിസർവേഷൻ പോളിസിയാണ് അവർ ഫോളോ ചെയ്യുക പ്രൈവറ്റ് കമ്പനിയാണ് അപ്പൊ നമ്മുടെ ആളുകൾ എവിടെ പോകും ആ പ്രസിഡൻഷ്യൽ ഡയറക്ടർ എവിടെ പോകും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധ ശ്രദ്ധീകരി ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം ഗുരുതരമാകും കാരണം പ്രൈവറ്റ് കമ്പനി ഏറ്റെടുക്കുമ്പോൾ ഒരു ഗ്യാരണ്ടി ഇല്ല അവരെല്ലാ സ്റ്റാഫിനും എടുക്കുന്നത് അവർ മാക്സിമം പറയാം ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഞങ്ങളെ സ്ട്രീം ലൈൻ ചെയ്യുക ഒരു കൊല്ലം കഴിഞ്ഞാൽ അതാ തുറു തുറാ വലിച്ചെറിയും അവര് എന്നുവെച്ചാൽ വി ആർ എസ് എടുത്തോ ഇല്ലെങ്കിൽ പൊക്കോ ഡിസ്മിസ് ചെയ്യും പോരെ പരിപാടി അല്ലാണ്ട് ഒരു വിധ മുൻഗണനയും അവർ ഒരു തരില്ലേ പ്രൈവറ്റ് കമ്പനികൾ അവർ അവരുടെ ആണ് commercial way running the show മറ്റേത് ഗവൺമെന്റ് അങ്ങനെയല്ല സോഷ്യൽ ഓബ്ലിഗേഷൻ ഉണ്ട് ഗവൺമെന്റിന് പ്രോഫിറ്റ് അല്ല government organisation H M T പ്രോഫിറ്റിലാണോ ഓടുന്നത് അവർ പക്ഷെ പൂട്ടിയിട്ടില്ലല്ലോ എഫ് എസ് സി പ്രോഫിറ്റിലാണോ പോണത് പൂട്ടിയിട്ടില്ലല്ലോ സോഷ്യൽ ഒബ്ലിഗേഷൻ ഉണ്ട് അത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ലത് അതായത് ഇപ്പൊ നമ്മുടെ കൊച്ചിൻ നോക്കൂ നമ്മുടെ ഷെപ്പിയാർഡ് കൊച്ചിൻ ഷിപ്പിയുടെ മിനി രത്നയാണ് അതിൽ ലോസ് ഉണ്ട് പ്രോഫിറ്റ് ഉണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ കൂട്ടാൻ പറ്റില്ല എന്താ കാരണം എന്ന് വെച്ചാൽ ഡിഫൻസിനുള്ള മുങ്ങിക്കപ്പലും മറ്റേ പാസഞ്ചർ ഷിപ്പും ഇതൊക്കെ ഉണ്ടാക്കുന്നതാണ് വളരെ സ്ട്രാറ്റജിക്ക് ഏതാണ് അത് അതിൽ നഷ്ടങ്ങളുണ്ടാവും ലാഭങ്ങളുണ്ടാവും അപ്പൊ ഉണ്ട് എന്ന് പറഞ്ഞാൽ വിൽക്കാൻ പറ്റുമോ പറ്റില്ല അപ്പൊ പിന്നെ ആരുണ്ടാക്കുക പിന്നെ എഫ് എ പി വളം ആ വളം ഉണ്ടാക്കുന്ന വേറൊരു യൂണിറ്റ് ഇല്ല നമ്മുടെ കർഷകർക്ക് കൊടുക്കുന്നതാണത് അപ്പൊ അതിൽ പ്രോഫിറ്റ് ഉണ്ടാവും ചിലപ്പോൾ ലോസ് ഉണ്ടാവും അപ്പൊ ഇതൊക്കെയാണ് സോഷ്യൽ ഓബ്ലിഗേഷൻ ആ പ്രൈവറ്റ് അതൊന്നും നോക്കില്ല കേട്ടോ അതിന് പഠിക്കണ്ട പിന്നെ ടാക്ടിക്കൽ പ്ലാനിങ് ആണ് പിന്നെ വേറൊന്ന് സ്ട്രാറ്റജി പ്ലാനിങ് പറഞ്ഞു വളരെ നമുക്ക് ഇത് വളരെ ടാക്ടിക്കോട് കൂടി നമ്മൾ പ്ലാൻ ചെയ്യണം പിന്നെ അതായി പിന്നെ according to William mission and vision ഇതെല്ലാം ഞാൻ പറഞ്ഞതാണ് അതുകൊണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല ലീഡർഷിപ്പ് സ്റ്റൈല് ഓരോരുത്തർ ഓരോരോ കമ്പനിയുടെ ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഏറ്റവും ഇത് നോക്കൂ അത് നല്ലതാവാം ചീത്തയാവാം ഓബ്ജക്റ്റീവ് കോർപ്പറേറ്റ് കൾച്ചർ നല്ല കൾച്ചർ ഇതൊക്കെ നമ്മൾ പറയുന്നതാണ് എംപ്ലോയി പ്രൊഫൈൽ നോക്കൂ ഇവിടെ ഒന്ന് പറ്റും എംപ്ലോയി പ്രൊഫൈൽ അതായത് നിങ്ങൾ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് ആ എംപ്ലോയിയുടെ പ്രൊഫൈല് വളരെ നല്ലതായിരിക്കും കാരണം എന്താ കാരണം എന്ന് വെച്ചാൽ ഒന്ന് as per the specification or qualification prescribe whether in is having the qualification whether that is having the required experience and specialise skills അവരുടെ പ്രൊഫൈല് വളരെ നല്ലതായിരിക്കണം ഒരു അക്കാഡമിഷ്യൻ വെച്ചാൽ പബ്ലിക്കേഷൻ വേണം ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്യണം ബുക്ക് പബ്ലിഷ് ചെയ്യണം ഇതൊക്കെയാണ് പ്രൊഫൈല് അങ്ങനെ പല പല പല നല്ല കാര്യങ്ങളും ടീച്ചിങ് എബിലിറ്റി വേണം അങ്ങനെ പല കാര്യങ്ങളുണ്ട് സെമിനാറിൽ നിങ്ങൾ പങ്കെടുക്കണം അതിൽ പ്രസന്റേഷൻ ചെയ്യണം ഇങ്ങനെയല്ലേ നല്ലല്ലേ എല്ലാവരും നന്നായിട്ട് അങ്ങനെ വളരെയധികം കുട്ടികളുടെ ക്ലാസ് റൂം നമുക്ക് ടീച്ചിങ് പറ്റും അപ്പോൾ നമ്മളിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലീഡർഷിപ്പ് സ്റ്റൈല് ഓബ്ജക്റ്റീവ്സ് കോർപ്പറേറ്റ് കാഴ്ച പിന്നെ employee profile highlighting incorporate integrating organisation പിന്നെ ഓരോരോ ഓർഗനൈസേഷൻ ഓരോരോ ഗോൾ ഉണ്ട് പിന്നെ ഫിലോസഫി ഉണ്ട് ഓരോരുത്തരുടെ ഇതിനും ഫിലോസഫി ഉണ്ട് അതായത് നോക്കൂ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു ഈ ആ ഫിലോസഫിയിലാണ് നമ്മൾ നിൽക്കേണ്ടത് ഓരോരോ സ്ഥാപനങ്ങൾ എന്തിനു വേണ്ടി നിലനിൽക്കുന്നു അതും കൂടി ശ്രദ്ധിക്കണം പിന്നെ മാക്സിമൈസിങ് വെൽഫെയർ അതെ കഴിയുന്ന ഓരോരുത്തരുടെ വെൽഫെയർ നമ്മുടെ എംപ്ലോയീസിന് കഴി capacity to pay hello welfare means capacity to pay നിങ്ങൾക്ക് എത്രത്തോളം പ്രോഫിറ്റും ഇതുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള വെൽഫെയർ അതാണ്ട് കിട്ടിയ ഇത് ആനുകൂല്യങ്ങൾ മുഴുവൻ ബാങ്ക് അക്കൗണ്ടിലല്ല ആരൊക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അവരെ കൂടി take into confidence and stock option അങ്ങനെ പല പല നല്ല നല്ല കാര്യങ്ങൾ പല കമ്പനികളും ചെയ്യുന്നത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അങ്ങനെ വെൽഫെയർ ഉണ്ട് നിങ്ങളും വളരൂ മറ്റുള്ളവരെ വളരാനും അനുവദിക്കൂ മനസ്സിലായില്ലേ അടുത്ത് പിന്നെ relating to H R and work plan highlighting resource in instituting cost effective strategy പൈസ നോക്കൂ ഈ മാൻ പവർ എന്ന് പറഞ്ഞാൽ ഹ്യൂജ് എക്സ്പെൻഡിച്ചർ ഉണ്ട് മറക്കരുത് അവരുടെ സാലറി വേജസ് എന്താ സാലറി ഗ്രോ സാലറി എന്തൊക്കെയാണെന്ന് അറിയോ basic pay H R A personal pay, CCA, overtime, children education fee നിങ്ങളുടെ എഡ്യൂക്കേഷൻ്റെ fee medical allowance conveyance allowance plus plus plus plus is equal to gross emolument then less deduction provident fund sorry C S I ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് അങ്ങനെ അതെല്ലാം കൂടി കൂടിയതാണ് അതെല്ലാം എമോളിമെന്റ്സ് കേട്ടോ പിന്നെ ഹൈലൈറ്റിംഗ് റിസോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ടിംഗ് കോ അപ്പോൾ കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും കാരണം ഒരു എംപ്ലോയി എന്ന് വെച്ചാൽ അവർക്ക് ഗ്രാറ്റുവിറ്റി പിന്നീട് കൊടുക്കേണ്ടി വരും പെൻഷൻ കൊടുക്കേണ്ടി വരും എല്ലാം കൊടുക്കേണ്ടി വരും ബോണസ് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ എത്രത്തോളം ലെസ് മാൻക്രോ ചെയ്യാം വേണ്ടടുത്ത് വേണം അതല്ല ഞാൻ പറയുന്നത് ആവശ്യമില്ലാതെ നിങ്ങൾ റിക്രൂട്ട് ചെയ്യരുത് ആർട്ട് പിന്നെ വേറൊരു കാര്യം articulate H R needs for short term and long term ചിലപ്പോൾ ആളുകളെ കുറച്ച് സമയത്തിന് വേണ്ടി റിക്രൂട്ട് ചെയ്ത് വരും അത് കഴിഞ്ഞിട്ട് അവർ അതായത് ഷോർട്ട് ടേം ആയിട്ട് കാരണം ഈ സീസണൽ ഇതൊക്കെ ഉണ്ടല്ലോ അതിൽ അപ്പൊ നമുക്ക് ഷോർട്ട് ആറ് മാസത്തിന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് അവർ പിരിച്ചിടും പിന്നെ ആറ് മാസം കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ആവശ്യപ്പെടുക അങ്ങനെയില്ല ചിലത് പിന്നെ designing H R structure involving return പിന്നെ എപ്പോഴും job description formal organisation chart organisation chart formal എന്താ ഓർഗനൈസേഷൻ ചാർട്ട് മാനേജിങ് ഡയറക്ടർ അതിന് board of directors chairman managing director താഴെ അതിൻ്റെ താഴെ ഡയറക്ടേഴ്സ് അതിൻ്റെ താഴെ ജനറൽ മാനേജേഴ്സ് അതിൻ്റെ താഴെ റീജിയണൽ മാനേജേഴ്സും അതേമാതിരിയുള്ള സോണൽ മാനേജേഴ്സും അതിൻ്റെ താഴെ ഡിപ്യൂട്ടി മാനേജേഴ്സും അങ്ങനെ ഓഫീസേഴ്സ് അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ കീപ്പെട്ട് താഴത്തെ ട്രെയിനീസ് ടെക്നീഷ്യൻസ് ഇങ്ങനെ വരുന്നതാണ് സ്ട്രക്ചർ അപ്പോൾ റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ് അറിയാം നമുക്ക് പിന്നെ yes H R technology that software H ആറിന്റെ ഇപ്പോൾ പുതിയ ടെക്നോളജി ഉണ്ട് സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട് അപ്പൊ അതിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സാലറി ഇതൊക്കെ അതിന്റെ സോഫ്റ്റ്വെയർ ഉണ്ട് പെട്ടെന്ന് കാൽക്കുലേഷൻ ഒക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ഒരാൾ റിട്ടയർ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അതിനുള്ള സോഫ്റ്റ്വെയർ എല്ലാം ഉണ്ട് പിന്നെ H R management selection development advancement succession planning പിന്നെ അതെന്നാൾ പറഞ്ഞല്ലോ ഞാൻ ആരെങ്കിലും പിരിഞ്ഞു പോകുമ്പോൾ അതിന് മുമ്പേ തന്നെ ആ വേക്കം ഇല്ലാതിരിക്കാൻ വേണ്ടി മറ്റുള്ളവരെ ട്രെയിൻ ചെയ്ത് നമ്മളെ തയ്യാറാക്കുന്നതാണ് സക്സഷൻ പ്ലാനിങ് അതായത് ഒരാൾ പെട്ടെന്ന് പോയിട്ടുണ്ടെങ്കിൽ ആ വേക്കം ഇല്ലാതിരിക്കാൻ വേണ്ടി മുമ്പേ കൂട്ടി ആളുകളെ തയ്യാറെടുക്കുക എടുക്കുന്നതാണ് സക്സഷൻ പ്ലാനിങ് ഓക്കെ ഉദാഹരണം ഞാൻ അന്ന് പറഞ്ഞു ഓക്കെ പിന്നെ formulation of strategic Indian about true leadership and flexible approach can ensure customer satisfaction internal and external The objective use to provide high quality of of and services to customer. Always, you know, you have to provide high quality of product and services to customer. Otherwise, കസ്റ്റമറെ സമ്മതിക്കില്ല കസ്റ്റമറെ ദൈവം ഇപ്പൊ നിങ്ങളൊരു കാറിൻ്റെയൊക്കെ ശരിക്കുക നല്ല കാറല്ല എന്നാണ് കസ്റ്റമർ മേടിക്കുക അവർക്ക് ബെസ്റ്റ് ക്വാളിറ്റി ആയിരിക്കണം അവർ നല്ല കാശ് തരും അതനുസരിച്ച് അല്ലാണ്ട് ഇൻഫീരിയർ ക്വാളിറ്റി മേടി ചെയ്യരുത് അതേമാതിരി അതിൽ തന്നെ കോമ്പറ്റീഷൻ ഭയങ്കരമായിട്ടുണ്ട് ഒരു ലിറ്റർ പെട്രോളിൽ എത്ര കിലോമീറ്റർ ഓടും ഇങ്ങനെയൊക്കെയുള്ള പലതുമില്ലേ അപ്പൊ അങ്ങനെ കോമ്പറ്റേറ്റീവ് വേൾഡിൽ നമ്മളെ സർവൈവ് ചെയ്യണം എന്ന് വെച്ചാൽ best quality items customer satisfaction after sale service ഇതൊക്കെ വളരെ വളരെ വളരെ ആവശ്യമാണ് പിന്നെ ഹ്യൂമൻ റിസോഴ്സ് ഇൻറ്റിഗ്രേഷൻ ഒക്കെ കോമ്പറ്റീഷൻ ബില്ല് ഇത് പോട്ടെ അത് അതിലൊന്നുമില്ല പിന്നെ മാൻ പവർ പ്ലാനിങ് അടുത്തത് മാൻ പവർ പ്ലാനിങ് എന്നത് ലീഡർഷിപ്പിൽ okay human resource planning is also known as man power planning personal management involved productive exploitation of manpower resources, manpower uh, you know, management involved choosing the right ഇതിനൊക്കെ പറയുന്നതാണ് ഞാൻ manpower is defined as the total knowledge, skills, creative abilities, aptitude of an organization's workforce. അതായത് നിങ്ങളുടെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് ആളുകളുടെ നോളേജ് ആളുകളുടെ സ്കില്ല് ആളുകളുടെ ക്രിയേറ്റീവ് എബിലിറ്റീസ് ആളുകളുടെ ആപ്റ്റിറ്റ്യൂഡ് അതിന്റെ ഈ അതായത് ഓർഗനൈസേഷൻ വർഗോദ്യത്വത്തിൽ നല്ല നല്ല sum total of inherent abilities acquired knowledge and skills okay represented by the talents and aptitudes of the employee employed person നല്ല ആളുകളായിരിക്കണം എന്നാലാണ് ആ ഓർഗനൈസേഷനിൽ വളരാൻ പറ്റൂ ഇപ്പൊ ഞാനൊരു ചെറിയ ഉദാഹരണം പറയട്ടെ നിങ്ങൾ ഈ ഐ എസ് ആറോ നോക്കൂ തുമ്പാർ ഒറ്റ ആളെ കൊണ്ട് ഇൻഫീരിയർ ആളെ കൊണ്ടിട്ട് സയന്റിഫിക് ഓഫീസർ വയ്ക്കാൻ പറ്റുമോ അവിടെ ഒന്നാമത് വെക്കില്ലേ ടഫ് ടെസ്റ്റ് ആണ് ഇപ്പൊ ബാബ ടേമർ സെന്റർ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് അവിടെ പോയിട്ട് ഏതെങ്കിലും ഒരാൾ പിടിച്ചിട്ട് റെക്കമെൻഡേഷൻ കൊണ്ട് വെക്കാൻ പറ്റുമോ ഒറ്റ എണ്ണത്തിന് വെക്കാൻ പറ്റില്ല അവിടെ അവിടെ വെക്കുന്ന ആളുകള് അത്ര കഴിവുള്ള ആളുകളെ മാത്രമേ വെക്കൂ ഒന്ന് ഡിസ്റ്റിങ്ഷൻ മറ്റേ നിങ്ങളുടെ ഔട്ട്സ്റ്റാൻഡിങ് അക്കാഡമിക് ഉണ്ടായിരിക്കണം നിങ്ങളുടെ qualification number one then test three personal interview four personality ഇതൊക്കെ നോക്കിയിട്ട് മാത്രമേ പേഴ്സണാലിറ്റി പറഞ്ഞാൽ നല്ല ടൈം ബാൻഡും അതല്ല അതിൻ്റെ അർത്ഥം യുവർ ബിഹേവിയർ അപ്രോച്ച് പോസിറ്റീവ് ഇത് നിങ്ങളുടെ റിസ്ക് ടേക്കിംഗ് എബിലിറ്റി അതായത് നേഷൻ ബിൽഡിംഗ് ആക്ടിവിറ്റി നിങ്ങൾക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഇതൊക്കെയാണ് പേഴ്സണാലിറ്റി അപ്പൊ അങ്ങനെ റിക്രൂട്ട് ചെയ്ത ആളൊക്കെയാണ് അത്തരത്തിലുള്ള ആളുകളാണ് അപ്പൊ അത് ഓർഗനൈസേഷൻ തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാവുമെന്നുണ്ട് അതേമാതിരി ഓർഗനൈസേഷൻ വളരും <laughs> നല്ല നല്ല ആളുകൾ ഉണ്ടെങ്കിൽ ഓർഗനൈസേഷൻ വളരും അതേമാതിരി മോശമായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അതേമാതിരി കീപ്പിട്ടും പോകും അല്ലെ പിന്നെ man power planning is a technique of correcting imbalances between man power ചിലയിടത്ത് നല്ലവരും അതേമാതിരി ക്വാളിഫിക്കേഷൻ ഉള്ളവരും പക്ഷെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ ചില സമയത്ത് നമ്മൾ കമ്പാഷനേറ്റ് ഗ്രൗണ്ടിൽ ചില സമയത്ത് നമ്മൾ ചെയ്യേണ്ടി വരും അപ്പൊ അത് ഈ സയന്റിഫിക് ഫീൽഡിൽ ഇല്ല അത് നമ്മൾ കമ്പാഷനെ പോലെ ആരെങ്കിലും മരിച്ചുപോയ ഭാര്യയ്ക്കോ നമ്മൾ അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരിക്കും ഇവിടെ കേരളത്തിൽ ഒരു ജവാൻ മരിച്ചിട്ട് നമ്മുടെ അയാളുടെ ഭാര്യയ്ക്ക് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ എന്തോ ജോലി കൊടുക്കുന്നുണ്ട് അതിൽ നല്ല കാര്യമാണ് പക്ഷേ സയന്റിഫിക് ലെവലിൽ ചില സമയത്ത് ആ അത്രത്തോളം ക്വാളിഫിക്കേഷൻ കിട്ടും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആണോ ജോലി കിട്ടുക ഇപ്പൊ മാൻ പവർ പ്ലാനിങ്ങിനെ പറ്റിയിട്ട് പറഞ്ഞു ബിസിനസ് ഓക്കെ എക്സിജൻസി സഡൻസി labour consequence man power plan covers up such contingency nothing ഇത് ഓക്കെ പിന്നെ man power planning is not an isolated exercise okay the scope of function of different organisation would be different ആ ഓരോരോ ഓർഗനൈസേഷനിലും ഓരോരോ വിധത്തിലുള്ള നെസസിറ്റി ആയിരിക്കും കേട്ടോ ഒരേ ക്വാളിഫിക്കേഷൻ കൊണ്ട് പല ഓരോരോ ഓർഗനൈസേഷനും ഓരോരോ റിക്വയർമെന്റ് ആണ് മനസ്സിലായില്ലേ അതായത് organisation to organisation the qualification requirement differs അപ്പൊ അതനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻ ആയിരിക്കണം പിന്നെ requirement of man power planning flexibility in H R plan structure to be provided personnel demand forecast ഇതൊക്കെ പറഞ്ഞു അതായത് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുക എപ്പോഴാണ് വേണ്ടതൊക്കെ നമ്മൾ എപ്പോഴേക്ക് വേണ്ടി വരും ഇതൊക്കെ പിന്നെ എലിമിനേറ്റ് അപസാഡ് expansion of personnel there should be adequate men power planning പറഞ്ഞു so that there is logical forecasting it is essential for organisation to have declared consensual personnel policy ഏറ്റവും നല്ല പേഴ്സണൽ പോളിസി വേണം അതായത് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത് അവരുടെ വെൽഫെയർ ഓരോരോ പോർഷനുള്ള qualification eligibility percentage of mark ഇതൊക്കെയാണ് പേഴ്സണൽ പോളിസിയിൽ വരുന്നത് അവരുടെ പ്രൊമോഷന്റെ ഇയർ മറി അതായത് എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് എന്താണ് പെർഫോമൻസ് പ്രൈസിൽ എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് എന്താണ് വെരി ഗുഡ് എന്താണ് ഗുഡ് എന്താണ് ഏവറേജ് എന്താണ് പൂവർ ഇതൊക്കെ അതേമാതിരി punishment major punishment minor punishment ഇതൊക്കെ ഉണ്ട് അതൊക്കെയാണ് ഈ പേഴ്സണൽ പോളിസിയിൽ വരിക പിന്നെ staffing section under the charge of duly qualified പിന്നെ വേറൊരു കാര്യം ഈ സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് ഒക്കെ ചെയ്യുന്ന ആളുകളെ അറിയാലോ എച്ച് ആർ മാനേജർ നല്ല ക്വാളിഫൈഡ് ആയുള്ള ആളുകളും അത് സാധാരണ എല്ലായിടത്തും പതിവുണ്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ വേണം റിക്രൂട്ട്മെന്റിലൊക്കെ കാരണം അവർക്ക് വേറൊന്ന് ഹലോ ഒരു പോയിന്റ് കൂടി ഞാൻ പറയാൻ കിടക്കുന്നു ക്വാളിഫിക്കേഷൻ മാത്രം പോരാ നിയമത്തിനെ പറ്റിയുള്ള പരിജ്ഞാനം വേണം എന്താ അത് reservation point presidential directive roster system ഇതൊക്കെ അറിഞ്ഞിരിക്കണം നിയമങ്ങൾ അറിഞ്ഞിരിക്കണം ഒരു പിന്നെ ഭരണഘടന തത്വം അതായത് equal opportunity for each and everybody ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ കണ്ണും കാതും ഒക്കെ നമ്മൾ ഓപ്പൺ ആയിട്ടിരിക്കണം എന്നർത്ഥം പിന്നെ man power planning personal department should lay down clear policy പിന്നെ പേഴ്സണൽ ഇമ്പോർട്ടന്റ് eh, ആയിട്ടുള്ള കാര്യങ്ങൾ പറയട്ടെ personal department must carry out researches into various aspect of personal administration പിന്നെ നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ റിസർച്ച് ചെയ്യാം അതായത് എങ്ങനെയാണ് നമ്മുടെ eh, ആളുകളെ ചിലവരുണ്ട് അത് റിസർച്ച് എങ്ങനെ അറിയോ ചിലര് പങ്ക്ച്വൽ ആവില്ല റെഗുലർ ആവില്ല അതെന്തുകൊണ്ടാണ് നോക്കണം കേട്ടോ പിന്നെ ഇവിടെ ഒരു പോയിന്റ് പറയാനുള്ളത് ചിലവര് ഓഫീസിൽ വരില്ല വന്നാലും ജോലി ചെയ്യില്ല അങ്ങനെയൊക്കെ പക്ഷേ നമ്മൾ പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ പാടില്ല അതായത് ചിലവർ വളരെ ലേറ്റ് ആയിട്ട് വരും ഓഫീസിലേ അപ്പൊ നമുക്ക് ദേഷ്യം വരും യഥാർത്ഥത്തിൽ ഇതൊന്നും ലേറ്റ് ആയിട്ട് വരുന്നത് അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ അടുത്തും വന്നിട്ടുണ്ട് എത്രയോ ഇഷ്യൂസ് പക്ഷേ പെട്ടെന്ന് നമ്മളെ അവനെ സസ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ അത് കാര്യങ്ങൾ അറിയാതെ ചെയ്യത്തുള്ളൂ ചിലപ്പോൾ അങ്ങനെ പല ഇൻസിഡൻറ്റ് വന്ന ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് വേണ്ടി ബ്ലഡ് ക്യാൻസർ ആയിട്ട് അവൻ പോയിട്ട് പോസ്റ്റ് ബേജ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ബ്ലഡ് കൊടുക്കാണ്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആണ് ഉണ്ടായത് അത് അവൻ ആരോടും പറയണ്ടായിരുന്നില്ല അങ്ങനെ പല പല ഇൻസിഡൻറ്റും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ആക്ഷൻ ലാസ്റ്റ് മുന്നിൽ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ ഞാൻ എത്ര എടുത്തിട്ടുണ്ട് പക്ഷെ എല്ലാം അറിഞ്ഞും കൊണ്ട് മാത്രം നമ്മൾ എല്ലാം കാരണം പല കാര്യങ്ങളുണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് അവരെ നന്നാക്കാൻ പറ്റും എങ്കിൽ നന്നാക്കുക അങ്ങനെ നന്നായവരുണ്ട് ചിലർ നന്നാ പല സാഹചര്യങ്ങളുണ്ട് അത് ഇതൊന്നും ഞാൻ പറയുന്നില്ല കാരണം എന്തെന്ന് വെച്ചാൽ പിന്നെ ഒരു യു പി ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് ചീഫ് എഞ്ചിനീയറുടെ മകൻ അൺഡിവൈഡഡ് ഉത്തർപ്രദേശ് അഡ്ഡ ഉത്തരാഖണ്ഡൊന്നും ഇല്ല ആ സമയത്ത് അയാളുടെ മകൻ ഞങ്ങളുടെ ഒരു എഞ്ചിനീയർ ആയിരുന്നു എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു അവന് അവസാനം അവിടെ ഒരു തീപിടുത്തുണ്ടായി അതിൽ അവൻ അത് കണ്ടിട്ട് മാനസിക രോഗിയായിട്ട് കമ്പനിയിൽ ഒരു തീപിടുത്തുണ്ടായി അത് കണ്ടിട്ട് മാനസിക രോഗിയായിട്ട് വളരെ ഇതായി അവന് വിഷമായി ഒരു ദിവസം എൻ്റെ അടുത്ത് അവെന്ത് പറ്റി ഇപ്പം മാനധീര പോയപ്പോൾ വളരെ റിച്ചസ്റ്റ് പേഴ്സൺ ആയിരുന്നു അവൻ്റെ ഭാര്യയൊക്കെ അവൻ ഉപേക്ഷിച്ചു പോയി അപ്പോൾ ഒരു ദിവസം എനിക്ക് ഒരു അപ്ലിക്കേഷൻ തന്നിരുന്നു ഇവൻ അതായത് I want a leave travel concession for me and for my dog എൻ്റെ ഡിപ്പെൻഡൻ്റ് എൻ്റെ പട്ടിയാണ് എന്നെ കാത്തു നോക്കാൻ സൂക്ഷിക്കാൻ എൻ്റെ പട്ടി മാത്രമേ എൻ്റെ ഇപ്പോൾ ബാക്കിയൊക്കെ പോയി ആളുകൾ അപ്പോൾ എന്റെ പട്ടി എന്റെ ഡിപ്പെൻഡന്റാണ് എൽ ഡി സി വരണമെന്നുണ്ട് എന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ സംഗതികൾ എച്ച് ആറിൽ വരും കാരണം അത് അവന്റെ സങ്കടമാണ് അത് വേറൊരു കാര്യം അപ്പൊ ഇങ്ങനെ ഇത്തരത്തിലുള്ള മാനസിക ഇതും പ്രശ്നങ്ങളിലൊക്കെയുണ്ട് അപ്പൊ നമ്മളെ handling human resources is very very very sensitive hurriedly you should not take action think before you before before you take action ആരെങ്കിലും മനുഷ്യരെല്ലാവരും മാതിരി അല്ല ശ്രദ്ധിച്ച് ഓരോരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം അതാണ് എച്ച് ആർ മാനേജറുടെ കഴിവ് അതായത് നിങ്ങളോട് തെറ്റ് ടോപ്പ് ഒന്ന് പ്രഷർ ഉണ്ടാക്കുക അവനെ അവനെ സാക്കി ദന്താവൻ തോന്നിയ മാതിരി വരെന്നൊക്കെ പറയും പക്ഷെ നമ്മള് after all you are a professional എന്തുകൊണ്ടാണ് നിങ്ങൾ ആ സീറ്റിൽ ഇരിക്കുന്നത് നിങ്ങൾ പ്രൊഫഷണൽ ആയിട്ടല്ലേ പിന്നെ അപ്പൊ ആ പ്രൊഫഷണലിസം നിങ്ങൾ കാണിക്കണ്ടേ ചില സമയത്ത് നമ്മൾ ചെയ്യണം ചിലപ്പോൾ ചെയ്യേണ്ടി വരും ചിലപ്പോൾ നമ്മളെ ആലോചിച്ചിട്ട് നമ്മൾ ചെയ്യാൻ വരൂ കാരണം എത്രയോ നമ്മൾ ഇൻസിഡന്റ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പിന്നീട് നമ്മൾ കരയാൻ ഇടവരുത്തണ്ട അയ്യോ ഇങ്ങനെ വേണ്ടി വന്നില്ലേ എന്ന് അത് നമ്മൾ ആലോചിച്ചിട്ട് ചെയ്യണം ഓരോ കാര്യങ്ങൾ കേട്ടോ പിന്നെ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ കാരണം ഈ നമ്മൾ ആരെ ഹാൻഡിൽ ചെയ്യുന്ന കാശല്ല ബിൽഡിംഗ് അല്ല ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി മനുഷ്യനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് മനുഷ്യൻ പല വിധമാണ് അവര് പല വികാരങ്ങളിലും മാനസിക പ്രശ്നങ്ങളിലും ഫാമിലി പ്രശ്നങ്ങളിലും തളർന്ന് തരിപ്പണമായിട്ട് തരികിട ആയിട്ടുള്ള ആളുകളായിരിക്കും ചിലപ്പോൾ തരികിട എന്ന് പറഞ്ഞാൽ വെച്ചാൽ അവർ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കും അപ്പോൾ ചില സമയത്ത് നമ്മളെ എന്തെങ്കിലും ആക്ഷൻ എടുത്തെങ്കിൽ ചില സമയത്ത് ഈ വിൽ കമ്മിറ്റ് സൂയിസൈഡ് ഓർമ്മ അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ശ്രദ്ധിക്കണം ആർ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഇതൊന്നും സംഭവിക്കുന്നതല്ല ഞാൻ പറയുന്നത് വളരെ നമ്മളെ ഹ്യൂമനിറ്റേറിയൻ അപ്രോച്ച് നമ്മൾ വേണം അത്രേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ ഹ്യൂമാനിറ്റേറിയൻ നിയമം അങ്ങട് കലക്കി കുടിച്ച് അതേ നിയമം പാലിക്കേണ്ടതെന്നല്ലല്ലോ ഞാൻ പറയുന്നത് നിയമം പാലിക്കേണ്ടതെന്നല്ല പാലിക്കേണ്ടതെന്നല്ല പറയുന്നത് പക്ഷെ ആ നിയമത്തിനും അവിടെ ഒരു ഹ്യൂമൻ ടച്ച് ഉണ്ടായിരിക്കണം അതേ കാര്യം നമ്മൾ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ പിന്നെ ട്രെയിനിങ് പ്രോഗ്രാം ഞാൻ പറഞ്ഞു മാൻ പവർ പ്ലാനിങ് പറഞ്ഞു standard man power process man power plan ഇവിടെ എന്താ പറയണതെന്ന് വെച്ചാൽ assignment man power situation projection man power requirement man power demand plan man പിന്നെ വേറൊരു കാര്യം നമ്മൾ ഡിമാൻഡ് ഓരോ എങ്ങനെ അറിയോ ഡിപ്പാർട്ട്മെന്റ് നമ്മളെ അറിയിക്കും അടുത്ത കൊല്ലം എനിക്ക് ഇത്ര ഉണ്ട് ഇത്ര ടെക്നീഷ്യൻ ഉണ്ട് ഞങ്ങളുടെ എക്സ്പെൻഷൻ പ്രോഗ്രാം ഉണ്ട് അങ്ങനെയൊക്കെ പല ഡിമാൻഡ് റേസ് ചെയ്യും അതെല്ലാം നമ്മളെ എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് കൺസോളിഡേറ്റ് ചെയ്യും എത്ര നമുക്ക് കൊടുക്കാൻ സാധിക്കും അതൊക്കെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യണം അവരെ ഇരുന്നൂറ് പറഞ്ഞാൽ നമ്മൾ മുന്നൂറ് കൊടുക്കരുത് നമ്മൾ നൂറേ കൊടുക്കാൻ പാടുള്ളൂ അതും കൂടി ശ്രദ്ധിക്കുക കേട്ടോ അവർ ഇരുന്നൂറ് പറയും പറ കഴിഞ്ഞാൽ ജോലി ഇല്ലാണ്ടാവും അപ്പൊ എന്ത് ചെയ്യും ഇരുന്നൂറാളെ കൊണ്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പൊ എന്ത് ചെയ്യും അപ്പൊ ശ്രദ്ധിച്ചിട്ട് വേണം ഇത്തരത്തിലുള്ളതൊക്കെ ചെയ്യാം അതൊക്കെ എച്ച് ആർ മാനേജറുടെ കയ്യിൽ കിടക്കണം പിന്നെ ചില സമയത്ത് നമുക്ക് എന്താ പറയുക നമ്മുടെ ഉത്തരവാദിത്വം വളരെ കൂടുതലാണ് അതാണ് ഞാൻ പറയുന്നത് പിന്നെ അതായി ഓർഗനൈസേഷനിൽ എഫക്റ്റീവ്നെസ് പിന്നെ യെസ് ഡെവലപ്പിംഗ് വർക്ക് സ്റ്റാൻഡേർഡ് പിന്നെ ഓരോരുത്തരും ജോലി ചെയ്യേണ്ട ഓരോരോ സ്റ്റാൻഡേർഡ് മാനുവൽസ് ഉണ്ട് ഏത് വിധത്തിലാണ് ഓരോരുത്തർ ചെയ്യേണ്ടത് ഓരോരുത്തർ ഓരോരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് സി വർക്ക് അലോക്കേഷൻ ഉണ്ടല്ലോ ഓരോരുത്തരുടെ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് work allocation you are responsible for the following അത് വർക്ക് അലോക്കേഷൻ ആണ് അത് നിങ്ങൾ ഓരോന്നോരോന്ന് ചെയ്യണം ഇപ്പൊ ഒരാളെ നോക്കൂ ഓരോ ഒരാളെ അപ്പോയിന്റ് ചെയ്ത് വെൽഫെയർ ഓഫീസർ വളരെ ഈസിയാണ് അല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് വെൽഫെയർ ഓഫീസറാണ് ഇത്ര ബുദ്ധിമുട്ട് പിടിച്ച അവർ വേറൊരു വൈകൃതി ഒരു പോസ്റ്റില്ല ഓർക്കണം കേട്ടോ ഏ അപ്പൊ നിങ്ങളെ അപ്പോയിന്റ് ചെയ്തായിരിക്കും വെൽഫെയർ ഓഫീസർ അറിയുന്നുണ്ടോ നിയമം എന്താണെന്ന് welfare officer officer is a statutory post welfare officer should have the qualification as prescribe by the respective state government they will take care of workers in the factory where there is 500 workers, there should be a welfare officer. welfare officer ആയിട്ട് ഒരാളെ അപ്പോയിന്റ് ചെയ്യണം എന്ന് വെച്ചാൽ deputy director of factories approve ചെയ്യണം നിങ്ങൾ നോമിനേഷൻ ഞങ്ങളുടെ കമ്പനിയിലെ ഇന്ന ആളെ നമ്മൾ റിക്രൂട്ട് ഞാനും വെൽഫെയർ ഓഫീസർ ആയിരുന്നു ഇന്ന ആള് പിന്നെ ആയിരിക്കും ഞങ്ങളുടെ വെൽഫെയർ ഓഫീസർ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഫാക്ടറീസിന് കൊടുത്ത അയാൾ അപ്രൂവ് ചെയ്യണം once you become a welfare officer you cannot be transferred you ഷു കമ്പനിക്ക് നിങ്ങളെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല ഒരു പനിഷ്മെന്റ് നിങ്ങളുടെ പേരിൽ എടുക്കാൻ പറ്റില്ല കാരണം you are taking care of workers അതിന്റെ ഇതില് ഗ്രഡ്ജില് നിങ്ങളുടെ പേരിൽ കമ്പനിക്ക് യാതൊരു ആക്ട് എടുക്കാൻ പറ്റില്ല നിങ്ങളുടെ ഇൻക്രിമെന്റ് വിത്തോൾഡ് ചെയ്യാൻ പറ്റില്ല പിന്നെ നിങ്ങൾക്ക് ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഇപ്പൊ നിങ്ങൾ അപ്പോയിന്റ് ചെയ്യോ വെൽഫെയർ ഓഫീസർ അപ്പോയിന്റ് ചെയ്ത with from so and so so and so so and so has join as welfare office this company and you will take care of all welfare related activities of employees or workers. You know, in the in the welfare provident fund, gratuity, pension, ESI, industrial canteen, restroom, crack, ambulance room, ഇതൊക്കെ അങ്ങനെ പലതും ഇതൊക്കെ നോക്കേണ്ടത് വെൽഫെയർ ഓഫീസറാണ് കേട്ടോ മതി അത്ര മതി കൂടുതൽ പറയുന്നില്ല കാരണം അറിയണമെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ അപ്പോൾ പറയാം കേട്ടോ പിന്നെ കോസ്റ്റ് ഇൻവെന്ററി സപ്ലൈ പേഴ്സണൽ ചില സമയത്ത് ആ പിന്നെ വേറൊരു കാര്യം ചില സമയത്ത് ആളുകളെ കിട്ടാൻ കുറെ സമയം പിടിക്കും ഗവൺമെന്റിലെ നിങ്ങളിപ്പോൾ ടെക്നിക്കൽ ആളുകളെ നിങ്ങൾ സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ കുറേ ടൈം പിടിക്കും ഇപ്പോൾ നിങ്ങൾ ഈ തുമ്പയിലും ഐ എസ് ആർഒയിലും ഒക്കെ scientific officer recruit it will take eight months to nine months ആ യെസ് ഇവിടെ ഒരു പോയിന്റ് നിങ്ങളോട് പറയാനുണ്ട് ഈ മാൻ പവർ പ്രൊജക്ഷനിൽ വളരെ വളരെ ശ്രദ്ധാപൂർവം ചെയ്യ കൈകാര്യം ചെയ്യണം അതായത് നോക്കൂ ഈ atomic power plant D A R C ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു കൊല്ലം അവർക്ക് ട്രെയിനിങ് കൊടുക്കണം അപ്പൊ നിങ്ങൾക്ക് ആളെ കിട്ടില്ല നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഒരു കൊല്ലം ട്രെയിനിങ്ങിന് പോകണം അവിടെ ആ ട്രെയിനിങ് കഴിഞ്ഞതിന്റെ ശേഷം ടെസ്റ്റ് ഉണ്ട് ആ ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് റിയൽ ഗ്രേഡ് നിങ്ങൾക്ക് തരൂ നിങ്ങളെ ഡിപ്ലോയ് എവിടെ വെച്ചാൽ ഡിപ്ലോയ് ചെയ്യൂ ഒരു കൊല്ലത്തെ rigorous training and after the will administer test and you to പാ qualify then you will get become scientific officer of Bhabha atomic അപ്പൊ അത് ഒരാളുണ്ടാവില്ലല്ലോ അവിടെ അപ്പൊ ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ട് വേണം എന്നർത്ഥം ആളുകളെ എന്നുണ്ടെങ്കിൽ ഇതേമാതിരി പ്ലാൻ ചെയ്യണം കാരണം അവർക്ക് ട്രെയിനിങ് എല്ലാം കൊടുക്കണമല്ലോ അപ്പൊ വേണ്ട നമുക്ക് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ട്രെയിനിങ് കൊടുക്കാൻ പറഞ്ഞാൽ അത് പറ്റില്ല ട്രെയിനിങ് ഇല്ലാണ്ട് ഒരാൾക്ക് ഉള്ളിൽ കിടക്കാൻ പറ്റില്ല ഒരാൾക്ക് പോസ്റ്റും കിട്ടില്ല ഒരാളെ ഈ will not be taken inside the factory നിങ്ങൾക്ക് ബാഡ്ജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം എംപ്ലോയി ബാഡ്ജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യണം മനസ്സിലായില്ലേ ഇപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കാം അപ്പൊ പ്ലാൻ നമ്മുടെ പ്ലാനിങ്ങിൽ ഇതൊക്കെ പെടും പിന്നെ four important consideration budget man power plan understand relationship between recurrent and capital cost പിന്നെ ക്യാപിറ്റൽ കോസ്റ്റ് ഉണ്ടാവും ചിലത് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് ടേബിൾ വേണം ചെയർ വേണം ബിൽഡിംഗ് വേണം അത് വേണം ഇത് വേണം ഒക്കെ വേണ്ടേ ക്യാപിറ്റൽ കോസ്റ്റ് ഉണ്ടാവും ഇവരുടെ സാലറി ഉണ്ടാവും പിന്നെ വേറൊരു കാര്യം relationship between inputs and include contingency measures for all project inputs ഇതൊക്കെ വരും മാൻ പവർ പ്ലാനിങ്ങിൽ കേട്ടോ പിന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പറഞ്ഞു പിന്നെ crucial resource think about the facing importance safety measures എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ വളരെ വളരെ ശ്രദ്ധ വളരെ ഞാൻ ഇത് പറയുന്നത് വളരെ കനന്ത ചപ്പലരും ഇല്ല ഇന്നലെ നമ്മുടെ ഡോക്ടർ പ്രേമയുടെ വോയിസ് മെസ്സേജ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ ഡോക്ടർ പ്രേമയുടെ വോയിസ് മെസ്സേജ് നിങ്ങളുടെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടായിരുന്നു വായിക്കൂ കേൾക്കൂ പല കോഴ്സിലും ഓൺലൈൻ ക്ലാസ് നടക്കുന്നില്ല കാരണം ഫാക്കൽറ്റി മെമ്പർ ചെയ്യാറില്ല ആ വോയിസ് മെസ്സേജ് നോക്കൂ പല കോഴ്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ faculty members are not willing to take online classes അത് ആ വോയിസ് മെസ്സേജ് ഇന്നലത്തെ നോക്കിയാൽ മതി നിങ്ങളുടെ ബാക്കി ഞാൻ പറയുന്നില്ല കേട്ടോളൂ അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ utilise this type of thing കാരണം ഈ ചില ഇൻഫർമേഷൻ ഒന്നും നിങ്ങൾക്ക് വേറെ പുറത്തുനിന്ന് കിട്ടില്ല ഇതാ കേട്ടോളൂ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കേട്ട അവിടെ ആ സേഫ്റ്റി മെഷേഴ്സ് എന്താ സേഫ്റ്റി മെഷേഴ്സ് സേഫ്റ്റി മെഷേഴ്സ് നിങ്ങൾ എവിടെയെങ്കിലും ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴേ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഗവൺമെന്റ് ഗവൺമെന്റ് ഗവൺമെന്റ് ഗവൺമെന്റ് കാണാപ്പടം പഠിക്കരുത് എല്ലാം ഗവൺമെന്റിലൊന്നും ജോലി കിട്ടില്ല അത് പഠിക്കണ്ട പ്രൈവറ്റിലും ജോലി ചെയ്യാൻ വേണ്ടി തയ്യാറാവണം കാരണം എപ്പോഴും ഗവൺമെന്റിൽ ലിമിറ്റഡ് വേക്കൻസി അല്ലേ ഉള്ളൂ പിന്നെ ഈ സേഫ്റ്റി മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം പ്രിക്കോഷൻ അതായത് നിങ്ങൾ ഓരോ സ്ഥലത്ത് ചിലർക്ക് അലർജിൻ്റെ ആയിരിക്കും ചിലർക്ക് മൈക്രോസ്കോപ്പിൽ വർക്ക് ചെയ്യേണ്ടി വരും കണ്ണിന് സൈറ്റിന് പ്രോബ്ലം ഉണ്ടായിരിക്കും ചില സമയത്ത് സേഫ്റ്റി മെഷേഴ്സ് വേണം പിന്നെ അതേമാതിരി പല പല പല പല ആസിഡ് കെമിക്കൽസ് ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഏത് വിധത്തിലാണ് ഹാൻഡിൽ ചെയ്യേണ്ടതൊക്കെ ഓരോരോ സേഫ്റ്റി മെഷേഴ്സും വെക്കേണ്ടതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ പിന്നെ അടുത്തൊരു കാര്യം എഫക്റ്റീവ് ടൈം മാനേജ്മെന്റ് അത് ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല നമ്മുടെ ആളുകൾക്ക് കേട്ടോ അതായത് എന്താണ് ഇത് ഒന്ന് ശ്രദ്ധിക്കുക എഫക്റ്റീവ് ടൈം മാനേജ്മെന്റ് ബാക്കിയൊന്നും പറയുന്നില്ല ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ അതായത് എപ്പോഴും ആളുകൾക്ക് സമയമില്ല സമയമില്ല സമയമില്ല സമയം എന്താ സമയമില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇരുപത് ഇരുപത്തിനാല് മണിക്കൂറിന് വേണ്ടി ഇരുപത്താറ് മണിക്കൂർ ദൈവം ഉണ്ടാക്കണോ ഇല്ലല്ലോ അപ്പോ ഉള്ള സമയം യൂറോപ്പറായി യൂട്ടിലൈസ് ചെയ്യാൻ പിടിക്കണ്ടേ അതല്ലേ പയ്യ മുകേഷ് അംബാനി റിച്ചസ്റ്റ് യൂസുഫ് അലി റിച്ചസ്റ്റ് മലയാളിയാണ് അല്ലേ അയാൾക്ക് ഇരുപത്തിനാല് മണിക്കൂറല്ലേ ഉള്ളൂ എനിക്കും ഇരുപത്തിനാല് മണിക്കൂറല്ലേ ഉള്ളൂ അവരെങ്ങനെ ജോലി ചെയ്യുന്നത് മുകേഷ് അംബാനി എങ്ങനെ ജോലി ചെയ്യുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലല്ലേ അല്ലേ അപ്പൊ എന്താ പറയുന്ന വെച്ചാൽ സമയമില്ല സമയമില്ല സമയമില്ല എന്ന് തെറ്റാണ് plan your priorities okay and utilise your time effectively reserve time for your family also children also and ഓഫീസിൽ ഓഫീസിലെ വർക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വരുമ്പോൾ നമ്മൾ take care of your family and work life balance to manage you know ഇപ്പോൾ ഐ ടി കമ്പനിയിലൊക്കെ പ്രത്യേകിച്ച് വളരെ തിരക്ക് പിടിച്ച ഇതാണ് വീട്ടിൽ വരുമ്പോഴത് നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ സമയം കിട്ടുന്നില്ല ഓൺലൈൻ ഇതൊക്കെ പക്ഷേ എങ്കിലും ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണം അതാണ് വർക്ക് ലൈഫ് ബാലൻസ് ഓക്കെ അപ്പോൾ എഫക്റ്റീവ് ടൈം മാനേജ്മെന്റ് ആവശ്യമാണ് സമയത്തിന് അനുസരിച്ച് നിങ്ങൾ ജോലി ചെയ്യണം ഒരു ജോലി ഇന്ന് ചെയ്തു തീർക്കേണ്ടത് നാളേക്കല്ല നാളെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ സമയത്തിന്റെ വില എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഒരു ഉദാഹരണം തന്നെ അഞ്ചു മണിക്ക് ഒരു ട്രെയിൻ ഉണ്ട് വിചാരിക്കുക ഏഹ് അഞ്ചു മണിക്ക് ട്രെയിൻ നിങ്ങൾ അഞ്ചഞ്ചിന് പ്ലാറ്റ്ഫോമിൽ എത്തിയല്ലോ എന്നിട്ട് റെയിൽവേ കുറ്റമിടേണ്ട കാര്യം അഞ്ചു മണിയുടെ ഡിപ്പാർച്ചർ ടൈമിന് അഞ്ച് അഞ്ചഞ്ചിന് നിങ്ങൾ പ്ലാറ്റ്ഫോമിൽ എത്തിയ റെയിൽവേ പഴിച്ചിട്ട് എന്താ കാര്യം ആരെ അതേ പ്രകാരം ഈ ടൈം മാനേജ്മെന്റ് നിങ്ങളെ ടൈമിന്റെ ഉള്ളിൽ നിങ്ങൾ ചെയ്ത് തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ട് മനസ്സിലായില്ലേ ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടോ റോക്കറ്റ് വിടുന്നത് മൈനസ് വൺ ടു ത്രീ കണ്ടിട്ടുണ്ടോ ആ ടൈമിന്റെ എന്താ വാല്യൂ നിങ്ങൾക്ക് അറിയോ അപ്പൊ തന്നെയാണ് എല്ലാം ജീവിതത്തിലെല്ലാം tick tick tick tick tick ആണ് ടിക്ക് നിന്ന് തീർന്നില്ല പരിപാടി നമ്മുടെ ജീവിതം ചെയ്തു അപ്പോ ഈ സമയം പ്രോപ്പറായി യൂട്ടിലൈസ് ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത് effective time management in the office പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ എന്താ ചെയ്യണം നിങ്ങൾ നോക്കണ്ട സാധാരണ എന്താ ചെയ്യണം അവൻ അങ്ങനെയാണ് ഇവൻ അങ്ങനെയാണ് അവന് ഇതേ ശമ്പളം എനിക്ക് ഇതേ ശമ്പളം എനിക്ക് അവനേക്കാളും ക്വാളിഫിക്കേഷൻ എനിക്ക് ലെസ് ശമ്പളം എന്നൊക്കെ ഉണ്ടല്ലോ അതൊക്കെ സംഭവിക്കും അതൊക്കെ സംഭവിക്കും നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ അപ്ലൈ ചെയ്യും അല്ലെങ്കിൽ കൂടുതൽ ശമ്പളം വാങ്ങും ആര് വേണ്ടെന്ന് പറഞ്ഞു മറ്റുള്ളവരെ പഠിച്ചിട്ട് കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ മറ്റവനേക്കാളും കൂടുതൽ ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യലോ വേറെ അപ്ലൈ ചെയ്യലോ ലോകം ഇത്രയധികം ഇതുള്ളതാണ് എത്രയോ വേക്കൻസി വരുന്നുണ്ട് അപ്ലൈ ചെയ്തോളൂ നന്നായിട്ടൊന്ന് വരൂ പക്ഷേ ഇവിടെ ഒരു കാര്യം എന്താണ് പറയണമെന്ന് വെച്ചാൽ ഈ ടൈം ആൻഡ് ഞാൻ പറയുന്നതാണ് tide won't wait for won't wait for anybody okay കടലിലെ തിരമാലയും സമയവും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കില്ല അതുകൊണ്ട് ആ time is running backward not forward നിങ്ങൾ ചോദിക്കും അങ്ങനെയല്ല പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പന്ത്രണ്ട് പത്ത് പത്ത് പത്ത് കഴിഞ്ഞ പതിനഞ്ച് അല്ല അല്ല അല്ല അല്ല പന്ത്രണ്ട് അഞ്ച് ഇന്ന് പന്ത്രണ്ട് അഞ്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും കിട്ടുമോ ഈ ദിവസം ഈ തീയതി ഈ സമയം പന്ത്രണ്ട് അഞ്ച് ജീവിതത്തിൽ എന്തെങ്കിലും കിട്ടുമോ കഴിഞ്ഞത് കഴിഞ്ഞു മനസ്സിലെ അപ്പോ ആ സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റാവുന്നത് ചെയ്യണം അതാണ് ടൈം മാനേജ്മെന്റ് ഓക്കെ പിന്നെ അപ്പൊ ഞാൻ രണ്ട് ഉദാഹരണം ഞാൻ പറഞ്ഞു എപ്പോഴും പറയുന്നത് എനിക്ക് സമയം കിട്ടുന്നില്ല സമയം കിട്ടുന്നില്ല സമയം കിട്ടുന്നില്ല എന്ന് പറയാൻ കരയുന്നതാണ് ഓരോരുത്തര് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തില്ല അസൈൻമെന്റ് കാണാം വാട്സപ്പിൽ എനിക്ക് സമയം കിട്ടിയില്ല എനിക്ക് സമയം കിട്ടിയില്ല എന്തിനു വേണ്ടി സമയം ഉണ്ടാക്കണം ഇതൊക്കെ ഇതിന്റെ പാർട്ടല്ലേ അത് നമ്മൾ പഠിക്കുന്നതിന്റെ പാർട്ടല്ലേ നമ്മൾ മക്കളെ നോക്കണം ഭർത്താവിനെ നോക്കണം നിങ്ങളെ നോക്കണം ഇതെല്ലാം അതിൻ്റെ ഇടയിൽ പഠിക്കും വേണം ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കുട്ടി പറഞ്ഞിട്ട് അയ്യോ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിയുമായിരുന്നില്ല ആരും എന്നോട് പറഞ്ഞില്ല അതുകൊണ്ട് ഞാൻ പരീക്ഷ മാത്രം എഴുതി അസൈൻമെന്റ് കൊടുത്തില്ല പോരെ തോറ്റു അപ്പോ നമ്മൾ ഇതൊക്കെ സമയത്തിനനുസരിച്ച് ചെയ്യണം ഓരോരോ കാര്യങ്ങൾ പിന്നെ ഒരു കാര്യം കൂടി ടൈം മാനേജ്മെന്റിന്റെ കാര്യം എന്നും കൂടി ഞാൻ പറയാം എന്തിനാ ഈ സമയത്തിന്റെ ഉള്ളിൽ ചെയ്യണം എന്ന് പറയുന്നത് അറിയോ ചിലതിന് ടൈം ലിമിറ്റുണ്ട് ഇപ്പം സിവിൽ സർവീസ് പരീക്ഷിക്കുന്നത് പല പല പല പല പല പരീക്ഷിക്കുന്നത് ഇരുപത്തൊന്ന് വയസ്സാണ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സാണ് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല മനസ്സിലായില്ലേ ഞാൻ കൂടുതൽ ഉദാഹരണങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ അതായത് ഓരോ ഇതിനും ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇത്ര വയസ്സ് നിങ്ങളുടെ ഇതുണ്ട് യു ജി സി നെറ്റിനുണ്ടല്ലോ ജെ ആർ എഫിനൊക്കെ ഉണ്ടല്ലോ വയസ്സ് ഇത്ര ഇരുപത്തെട്ട് വയസ്സ് ഇരുപത്തൊമ്പത് വയസ്സ് അല്ലെങ്കിൽ മുപ്പത് വയസ്സ് അതൊക്കെ ഉണ്ടല്ലോ അത് മുപ്പത്തൊന്നാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ജീവിതത്തിൽ ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പോ അവസാന നിമിഷം വരെ കാത്തിരിക്കരുത് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എന്നാണ് പറയുന്നത് അപ്പോൾ ഓരോരോ ഇത് നമ്മൾ പ്രോപ്പറായിട്ട് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക അത്രേ പറയുന്നുള്ളൂ പിന്നെ എഫക്റ്റീവ് ടൈം മാനേജ്മെന്റ് പ്ലാനിങ് പിന്നെ aspect of man power planning ഇനി അടുത്തത് organisation planning development career development staffing career development staffing പിന്നെ സ്റ്റാഫിങ് പറഞ്ഞ റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെന്റും സെലക്ഷനും കുറെ പറഞ്ഞ ഞാൻ റിക്രൂട്ട്മെന്റ് പറഞ്ഞ പോസിറ്റീവ് ആണ് സെലക്ഷൻ നെഗറ്റീവ് ആണ് പ്ലേസ്മെന്റ് ആൻഡ് ട്രാൻസ്ഫർ പ്ലേസ്മെന്റ് പറഞ്ഞാൽ നിങ്ങളെ ഒരു സ്ഥലത്ത് വെക്കുന്നു ചില സമയത്ത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് രണ്ടു കൊല്ലോ മൂന്ന് കൊല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണ് നീഡ് ബേസ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും കാരണം എന്താ എവിടെ വേക്കൻസി വെച്ചാൽ പെട്ടെന്ന് നിങ്ങളെ നിങ്ങളുടെ ചില സമയത്ത് ആവശ്യം ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ആവും അപ്പോൾ വിചാരിക്കരുത് പ്രത്യേകം അയ്യോ ഞാൻ പോയില്ല എന്ന് പറയണമെങ്കിൽ വീട്ടിലിരിക്കേണ്ടി വരികയെ ട്രാൻസ്ഫർ സമയത്ത് എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല കാരണം എന്താ വെച്ചാൽ ലിമിറ്റഡ് വേക്കൻസീസ് അല്ലേ എന്ത് അപ്പൊ ഓരോ സ്ഥലത്ത് ഓരോ അത്യാവശ്യം ഉണ്ടായിരിക്കും ചില സമയത്ത് ഗവൺമെന്റിന് കേട്ടോ പിന്നെ ട്രെയിനിങ് എന്താ റീഫ്രഷർ കോഴ്സ് പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ പറയാം റീഫ്രഷർ കോഴ്സ് അതായത് നിങ്ങളെ ഒരു പുതിയ കമ്പനി ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ കമ്പനി പറ്റി ഒന്നും അറിയില്ല അപ്പൊ നിങ്ങൾക്ക് പുതിയതായിട്ട് അവിടുത്തെ പ്രൊഡക്റ്റ് അവിടുത്തെ മാൻ പവർ അവിടുത്തെ organisation structure production philosophy marketing strategy customers ഇതൊക്കെ പറഞ്ഞു തരും അതിനെ റീഫ് സോറി സോറി ഞാൻ പറഞ്ഞതെല്ലാം തിരിച്ചിരിക്കുന്നു അതല്ല റീഫ്രഷർ കോഴ്സ് എന്ന് പറയുന്നത് ഇത് ഞാൻ എൻ്റെ കോൺസെൻട്രേഷൻ പോയി അതുകൊണ്ടാണ് റീഫ്രഷർ കോഴ്സ് പറഞ്ഞാൽ അതല്ല റീഫ്രഷർ കോഴ്സ് പറഞ്ഞാൽ നിങ്ങൾ ജോലി ചെയ്ത് ജോലി ചെയ്ത് ജോലി ചെയ്ത് ജോലി ചെയ്തു വിചാരിക്കുക കുറെ കാലം വിചാരിക്കുക നിങ്ങളിന്ന് റീഫ്രഷ് ചെയ്യണ്ടേ നോക്കൂ ഐ എ എസ് കലക്ടറുണ്ട് ഡയറക്ടറുണ്ട് ഒക്കെ ഉണ്ട് അല്ലേ മിടുക്കന്മാരും മിടുക്കത്തികളല്ലേ ഐ എസ് പക്ഷേ കുറെ കഴിഞ്ഞാൽ അവർക്ക് അഡ്വാൻസ് ട്രെയിനിങ്ങിന് പോകണം അതന്നെ റീഫ്രഷർ കോഴ്സ് കാരണം പുതിയ പുതിയ മെത്തേഡ് അഡ്മിനിസ്ട്രേഷൻ എന്താണ് ലോകത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്താണ് ഗ്ലോബൽ സിനോറി എന്താണ് എന്നൊക്കെ അറിയണം അപ്പൊ അതുകൊണ്ട് അവര് ഡെറാഡൂണിലും അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് കോളേജിലും ഐ എമ്മിലും ഒക്കെ പോയിട്ട് പുതിയ പുതിയ ടെക്നിക്ക് അവർ പഠിക്കും അതാണ് റീഫ്രഷർ കോഴ്സ് ബ്രീഫിംഗ് പൊതുവെ ബ്രീഫ് ചെയ്യുക അറിയാൻ നിങ്ങൾക്ക് സബാറ്റിക്കൽ ലീവ് എന്താ അറിയാവുന്ന അറിയാം നിങ്ങൾക്ക് സബാറ്റിക്കൽ ലീവ് എന്താണ് അതായത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊല്ലം ആറ് മാസമൊക്കെ അത് ഗവൺമെന്റ് പോളിസി ഇതുണ്ട് കേട്ടോ ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റൂ അതായത് ചില പഠിക്കാം ഉന്ന ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പോവാം ഇവിടെ ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ ഐ പി എസ് ഒക്കെ ലണ്ടനിലൊക്കെ പോയിട്ട് പലരും പഠിച്ചു വന്നിട്ടുണ്ടല്ലോ കുറെ ആളുകൾ അപ്പൊ പക്ഷെ അത് ലീവ് എടുത്തിട്ടായിരിക്കും പോകണം ഗവൺമെന്റിന്റെ അപ്രൂവൽ വേണം അത് ലീവ് എടുത്തിട്ട് ഗവൺമെന്റിന്റെ അപ്രൂവൽ അച്ഛാ ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ നിങ്ങൾക്ക് casual leave sick leave earn leave എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ലീവ് ഉണ്ട് leave is not a right it is only a privilege subject to approval of the competent authority നിങ്ങൾക്ക് ഇരുന്നൂറ് ദിവസം എൻ്റെ കയ്യിൽ ഏൺ ലീവ് എടുക്കണ്ടേ അല്ലെങ്കിൽ ഇത്ര ദിവസം ക്യാഷ്വൽ ലീവ് എന്തുകൊണ്ട് തന്നില്ല എന്ന് ചോദിക്കാനുള്ള ഒരു leave is not a right It is only a privilege. It is subject to approval of the competent authority. അതേ പ്രകാരം നിങ്ങൾക്ക് തല ആ വേറൊരു കാര്യം നിങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റിലാണ് ജോലി ചെയ്യണമെന്ന് വെച്ചാൽ without the permission of the competent authority you cannot leave station ഉദാഹരണം നിങ്ങൾ പെട്ടെന്ന് ആരോടും പറയാതെ ഇവിടുത്തെ കലക്ടറെ നമ്മളിപ്പോൾ കലക്ടറെ വിചാരിക്കുക അയാൾ ഇവിടെ നിന്ന് അയാളുടെ ഉത്തർപ്രദേശിലെ നാട്ടിലേക്ക് ആരോടും പറയാനായിട്ട് പോയി വിചാരിക്കും അങ്ങനെ സംഭവിച്ചു കൊല്ലത്ത് കൊല്ലത്തെ ഡെപ്യൂട്ടി കളക്ടർ ആരോടും പറയാതെ പോയി ഉത്തർപ്രദേശ് ഉത്തർപ്രദേശാണ് ഉണ്ടത് ആരോടും പറയാതെ ഒറ്റ പോക്ക് അയാൾ സസ്പെൻഡ് ചെയ്തു you should not leave station without the consent approval of the competent authority കാരണം നിങ്ങളെ പെട്ടെന്ന് ആവശ്യം ചെയ്ത സമയത്തെ അപ്പോ അതൊക്കെ ശ്രദ്ധിക്കണം ഇതൊക്കെ കാരണം സർവീസ് റൂൾസ് വരുന്നതാണ് ഇതൊക്കെ കേട്ടോ സബാറ്റിക്കലു പിന്നെ ടേംസ് ഓഫ് പിന്നെ നിങ്ങളുടെ എംപ്ലോയ്മെന്റിൽ നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് ലെറ്റർ കിട്ടിയ അതിലെ സാലറി ഇൻസെന്റീവ് ഫ്രിഞ്ച് ബെനിഫിറ്റ് പറഞ്ഞ മോണിറ്ററി ബെനിഫിറ്റ് അത് കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്പോയിൻമെന്റ് ലെറ്ററിൽ കുറെ ക്ലോസസ് ഉണ്ടോ റിട്ടയർമെന്റ് പിന്നെ റിട്ടയർമെന്റ് കഴിഞ്ഞ് എന്തൊക്കെ കിട്ടുകയെന്ന് പ്രോബ്ലം ഉണ്ട് ഗ്രാറ്റിവിറ്റി ഇത് ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ എന്തെങ്കിലും അറിയില്ലെങ്കിൽ ചോദിക്കുക കേട്ടോ കാരണം നിങ്ങളൊന്നും ചോദിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് കേട്ടോ പിന്നെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് പറഞ്ഞാൽ പി എഫ് ഗ്രാറ്റുവിറ്റി ഇ ഡി എൽ ഐ എംപ്ലോയീസ് എംപ്ലോയി അത് പ്രോഡം ഇതിന്റെ പ്രോഡം ഒരു പാർട്ടാണ് അത് ഇൻഷുറൻസിൻ്റെ പെൻഷൻ മെഡിക്കൽ ഫെസിലിറ്റീസ് ലീവ് എൻഗേജ്മെന്റ് ഇതൊക്കെയാണ് നിങ്ങൾ റിട്ടയർമെന്റ് ടൈമിൽ കിട്ടുന്ന ലീവ് എൻഗേജ്മെന്റ് സിക്ക് ലീവിന് ലീവ് എൻഗേജ്മെന്റ് ഇല്ല ഏൺ ലീവിനോ കാഷ്വൽ ലീവിന് കാഷ്വൽ ലീവ് എത്ര പത്ത് പന്ത്രണ്ട് ഇതുണ്ടാവും ഏൺ ലീവിന് ലിമിറ്റേഷൻ ഉണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പത് വരെ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റും എന്തുകൊണ്ട് അതായത് ഓരോ സ്റ്റേറ്റിന് അതെ അതൊക്കെ എൻഗേജ്മെന്റ് ചെയ്യാൻ പറ്റും പിന്നെ ഗ്രാറ്റുവിറ്റി കിട്ടും ഗ്രാറ്റുവിറ്റി പറഞ്ഞാൽ every completed year fifteen day salary ഒരു കൊല്ലത്തിൽ പതിനഞ്ച് ദിവസത്തെ ശമ്പളം അപ്പൊ അതൊക്കെയാണ് നിങ്ങൾക്ക് പിന്നെ പെൻഷൻ പെൻഷൻ ഉണ്ട് ഓർക്കണം ജി പി എഫ് ഉണ്ട് ഇ പി എഫ് ഉണ്ട് എല്ലാം ഉണ്ട് അത് കമ്പനിയുടെ അനുസരിച്ചിരിക്കും എങ്ങനെ ഏത് കമ്പനിയിൽ എങ്ങനെയാണ് നിങ്ങൾ ഏത് യൂണിറ്റിലെ ജോലിയുടെ അനുസരിച്ചിരിക്കും പെൻഷൻ ഓക്കെ പിന്നെ യെസ് നിങ്ങളുടെ വെൽഫെയർ മെഡിക്കൽ ഫെസിലിറ്റി അതായത് നിങ്ങൾക്ക് മെഡിക്കൽ അലവൻസ് ഉണ്ടാവും റീഇംബേഴ്സ്മെന്റ് ഉണ്ടാവും ഓരോ കമ്പനിയിലെ മെഡിക്കൽ അലവൻസ് ഉണ്ട് ഫിക്സഡ് മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ഉണ്ട് ആക്ച്വൽ അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്പറേഷൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആക്ച്വലായിട്ട് റീഇംബേഴ്സ് ചെയ്യും ഹോസ്പിറ്റലൈസേഷൻ ഉണ്ട് ഗ്രൂപ്പിന് ചിലയിടത്ത് ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണ് ചിലത് ഗ്രൂപ്പ് ഇൻഷുറൻസ് പിന്നെ ലീവ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഹൗസിങ് വീട് പല റെയിൽവേയിലൊക്കെ കാണില്ലേ ഹൗസിംഗ് കോളനീസ് റെയിൽവേ ക്വാർട്ടേഴ്സ് ഇതൊക്കെ കാണാലോ അപ്പൊ അത് എന്ന് വെച്ചാൽ ആളുകൾക്ക് അടുത്ത് തന്നെ ജോലി ചെയ്യുക താമസിക്കുക അടുത്ത് തന്നെ അവരുടെ റെയിൽവേയുടെ പലതും ജോലി ചെയ്യാം അങ്ങനെയൊക്കെയുള്ള അതിന് വേണ്ടിയിട്ടാണ് കാരണം ഭയങ്കര വലിയ വലിയ വലിയ സിറ്റിയിലൊന്നും വീട് കിട്ടില്ല അപ്പൊ അതുകൊണ്ട് ദൂരെ പോയി താമസിക്കണം അപ്പൊ അവർക്ക് പോയി വരാനൊക്കെ താമസം ഉണ്ടാവും കാരണം ടൈമിന് എത്തില്ല ഇവര് അങ്ങനെയൊക്കെ ഉണ്ട് ചിലത് ഇപ്പൊ ബോംബെയിലൊക്കെ പൂനെന്ന് വരുന്നുണ്ട് ഡെയിലി നൂറ് കിലോമീറ്റർ ആണ് പൂന ഇരുന്നൂറ് കിലോമീറ്റർ ട്രാവൽ ചെയ്യണം ഒരാള് മനസ്സിലായാലേ ആറ് ആറും പന്ത്രണ്ട് കിലോ പന്ത്രണ്ട് മണിക്കൂർ ഒരു ദിവസത്തിൽ പന്ത്രണ്ട് മണിക്കൂർ ട്രെയിനിൽ എന്നിട്ട് എട്ട് മണിക്കൂർ ജോലി ചെയ്യണം പന്ത്രണ്ട് എട്ടും എന്തായി ഇപ്പോൾ പിന്നെ എവിടെ അവർ ഉറങ്ങുന്നത് അപ്പൊ അവരുടെ ഉറക്കം വണ്ടിയിൽ ഇരുന്നിട്ടാണ് എന്തായാലും അപ്പൊ ഇങ്ങനെയൊക്കെയുണ്ട് പല പരിപാടികൾ അപ്പോൾ പിന്നെ മെഡിക്കൽ ഫെസിലിറ്റി ലീവായ റീക്രിയേഷൻ ഹൗസിംഗ് ആയി അപ്പൊ ഹൗസിംഗ് പറഞ്ഞ എന്താ വെച്ചാൽ സോ uh, ദാറ്റ് that കെ comfortably comfortably near by the work site അപ്പോൾ റെയിൽവേയിലൊക്കെ അതാണ് പിന്നെ ലീവ് ട്രാവൽ കൺസെഷൻ പറഞ്ഞ രണ്ടെണ്ണമാണ് അതായത് ഹോം ഹോം ടൗണിലേക്ക് പോകാനും എനിവേർ ഇൻ ഇന്ത്യയിലേക്ക് ഹോം ടൗണിലേക്ക് പോകാൻ കൊല്ലത്ത് രണ്ട് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം എനിവേർ ഇൻ ഇന്ത്യ നാല് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം എന്തിനാണ് ഇവിടെ ഞാൻ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ ആണ് ഞാൻ പറയുന്നത് എന്തിനാണ് ലീവ് ട്രാവൽ കൺസെഷൻ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നാട്ടിൽ പോകാൻ ഇപ്പോൾ നിങ്ങൾ ജമ്മുകാശ്മീരിലാണോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലാണോ പാറ്റ്നയിലാണോ നിങ്ങളുടെ വീട്ടിൽ പോകാനാണോ വൺസ് ഇൻ ടു ഇയേഴ്സ് അതാണ് leave home town L T C leave travel concession anywhere in India പറഞ്ഞാൽ നാല് കൊല്ലത്തിൽ ഇന്ത്യയിൽ നിങ്ങൾക്ക് എവിടെ വേണിച്ചാലും പോവാം കരയിലേട്ടോ കടലിലല്ല ഏഹ് ഓക്കെ അപ്പോ പിന്നെ അതാണ് ഡെഫിനിഷൻ അപ്പോ എന്താ ഡെഫിനിഷൻ എൽ ടി സിയിൽ അറിയാമോ ഇന്ത്യക്കാരായ നമുക്ക് ഇന്ത്യ എന്താണെന്ന് അറിയില്ല അല്ലേ ഇന്ത്യക്കാരായ നമുക്ക് ഇന്ത്യ എന്താണെന്ന് അറിയണ്ടേ different culture geographical this different states different language different food habit everything you know ഒരു ഓപ്പർച്യൂണിറ്റി വേണ്ട ആളുകൾക്ക് ഇതൊക്കെ കാണാൻ സ്ഥലം അവ എന്തെങ്കിലും വണ്ടിക്കൂലി എന്തെങ്കിലും അല്ലാണ്ട് സ്വന്തം പോക്കറ്റിലിട്ടിട്ട് ഇതൊക്കെ കാണാൻ വേണ്ടി പോകും അതായത് പഞ്ചാബിലൊക്കെ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് അവർക്ക് ഡൽഹി നിന്നിട്ട് ഒരു സ്റ്റേറ്റ് ഉണ്ടെന്ന് പോലും അറിയില്ല ഡൽഹി വരെ ഉള്ളൂ ഇന്ത്യ എന്നാണ് അവർ വിചാരിച്ചിരുന്നത് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ മദ്രാസി എന്നാണ് പറഞ്ഞത് അവിടെ സൗത്തില് നാല് സ്റ്റേറ്റ് ഉണ്ട് അഞ്ച് സ്റ്റേറ്റ് ആണ് ഉണ്ട് അത് അവർക്ക് അറിയില്ല അപ്പൊ അങ്ങനെ പലർക്കും ആ ഇന്ത്യയെ പറ്റി അറിയാത്ത പലരുണ്ട് എത്ര യൂണിയൻ ടെറിട്ടറി ആണ് അതൊക്കെ കാണാനും ആസ്വദിക്കാനും ജിയോഗ്രാഫി കടലും കായലും നമ്മുടെ കേരളത്തിലാണ് ഗ്രീനറി തമിഴ്നാടാണ് അനവധി ടെമ്പിൾസ് ഇതേമാതിരിയുടെ പലതും പലതും ഹിസ്റ്റോറിക്കലായിട്ട് പലതും കാണാനുള്ള സൗകര്യമാണ് ഈ anywhere in India facility വരുന്നത് പോരെ ഇത്ര കേട്ട പോരെ ബാക്കി പിന്നീട് അടുത്ത് പെർഫോമൻസ് അപ്രൈസർ ഒരു ഒരു മിനിറ്റ് ഒരു minute leave track children education അതായത് കുട്ടികൾക്ക് പത്താം ക്ലാസ് പഠിക്കാൻ ആ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസെൻറ്റീവ് കൊടുക്കും ചിലത് പത്താം ക്ലാസ്സിൽ ഇത്ര പൈസ ഗ്രാജുവേഷൻ ഇത്ര പൈസ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇത്ര പൈസ അങ്ങനെ ഓരോരോ മാസം മാസം നമ്മൾ കൊടുക്കും അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് റീംബേഴ്സ് ചെയ്യും എത്ര ഫീസ് നിങ്ങൾ കൊടുത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആ ഫീസ് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസീറ്റ് നിങ്ങൾക്ക് റീംബേഴ്സ് ചെയ്യും അതായത് നിങ്ങളുടെ കുട്ടികളെ വിദ്യാഭ്യാസമ്പന്നരാക്കാൻ വേണ്ടി ഗവൺമെന്റ് ചെയ്യുന്ന ഒരു കാര്യം അതിനോടൊപ്പം വേറെ ഒന്നും കൂടി പറയാനുണ്ട് അത് കുട്ടികളുടെ നിങ്ങൾ പഠിക്കാൻ വിചാരിക്കുക നിങ്ങളിപ്പോൾ ഗ്രാജുവേഷൻ വിചാരിക്കുക നിങ്ങൾ എം ബി എ പഠിക്കാൻ വിചാരിക്കുക അപ്പം അതിനും കമ്പനി ഓർഗനൈസേഷൻ തരും എം ബി എക്ക് നൂറ്റമ്പത് റുപ്യ എഞ്ചിനീയറിങ് അല്ലെങ്കിൽ എം ടെക്കിന് നൂറ്റി നാൽപ്പത് റുപ്യ അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ അത് തരും അത് നിങ്ങളുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അപ്പൊ കുട്ടികളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഡെവലപ്മെന്റ് ആണ് എഡ്യൂക്കേഷൻ ഫീ പിന്നെ അടുത്തത് പേഴ്സണൽ റെക്കോർഡ് എന്താ പേഴ്സണൽ ശരിക്കും ഞാൻ പറയുന്നത് പ്രത്യേകം കുട്ടികൾ എന്താ കമ്മിയായത് അതിന് ഇപ്പോട്ടെ സാറില്ല പിന്നെ പരീക്ഷ വരും പറയാം എന്താ അതിന്റെ വാല്യൂ എന്ന് കേട്ടോ പിന്നെ ഈ പേഴ്സണൽ സയൻസിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് റിട്ടയർമെന്റ് വരെയുള്ള കടലാസയിൽ ഉണ്ടാവും നിങ്ങളുടെ ചരിത്രം മുഴുവൻ അതാണ് പെർസണൽ ഫയൽ എന്ത് അറ്റസ്റ്റേഷൻ ഫോറത്ത് നിങ്ങളുടെ ആരംഭിക്കും നിങ്ങളുടെ ഫോട്ടോ അറ്റശേഷം പുറം പേര് നാളെ നക്ഷത്രം ഡേറ്റ് ഓഫ് ബർത്ത് അത് ഇത് അച്ഛൻ അമ്മ ഡിപ്പെൻഡൻസ് നിങ്ങളുടെ റെഫറൻസസ് അങ്ങനെയൊക്കെ പലതും പലതും പലതും അത് അറ്റശേഷം പുറം പിന്നെ അത് കഴിഞ്ഞ് പോലീസ് വെരിഫിക്കേഷൻ അത് കഴിഞ്ഞ് മെഡിക്കൽ അത് കഴിഞ്ഞ് നിങ്ങളുടെ ഡിപ്പെൻഡൻസ് ആരാണ് കല്യാണം ആദ്യം കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവില്ല കല്യാണം കഴിച്ച ഭർത്താവ് അല്ലെങ്കിൽ അമ്മ അച്ഛൻ ഇതൊക്കെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അപ്പോയിൻമെന്റ് ലെറ്ററിന്റെ copy joining report copy increment copy qualification വർദ്ധ എന്തെങ്കിലും കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇത് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കോപ്പി മാൾ ഫാമിലി ഇൻസെന്റീവ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കോപ്പി പണിഷ്മെന്റ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കോപ്പി സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കോപ്പി അതിന്റെ എൻക്വയറി നടന്ന അതിന്റെ കോപ്പി അപ്പൊ നിങ്ങളുടെ ജീവചരിത്രമാണ് പേഴ്സണൽ ഫയൽ അത് നിങ്ങളുടെ കയ്യിൽ വെക്കൂലേ അത് എച്ച് ആർ മാനേജറുടെ കീഴിലാണ് ഇതൊക്കെ അതാണ് പേഴ്സണൽ ഫയൽ പിന്നെ റിട്ടയർമെന്റ് വരെ ഉള്ള അതായത് അവസാന സെറ്റിൽമെന്റ് വരെ നിങ്ങളുടെ പൈസ പത്ത് പൈസ ബാലൻസ് വെക്കാതെ അതുവരെ ആ പേപ്പറിലെ കടലാസുണ്ടോ ബസ് എന്നിട്ട് അത് ക്ലോസ് ചെയ്യും അടുത്തത് personal data decision making performance appraisal അത് വരുന്നുണ്ട് അടുത്ത ചാപ്റ്റർ വരുന്നുണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല പെർഫോമൻസ് അപ്രൈസൽ നിങ്ങളുടെ അപ്രൈസൽ അത് അത് ഒരു ചാപ്റ്റർ വരുന്നുണ്ട് അപ്പൊ അപ്പൊ പറയാം കേട്ടോ കൂടുതലായിട്ട് കാരണം എന്തിനാ പറഞ്ഞ സമയങ്ങളിൽ വേറെ ചാപ്റ്റർ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അപ്പൊ പറയാം പിന്നെ financial and non financial incentive financial പറഞ്ഞാൽ ശമ്പളം ഓവർ ടൈം ബോണസ് ഇതൊക്കെയാണ് ഫൈനാൻഷ്യൽ നോൺ ഫൈനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ അലവ ഇത് തന്നുവെച്ച തന്നു ഇല്ല അത് എന്താണ് recreation club facilities housing colony എന്ന നിർബന്ധപൂർവ്വം ഹൗസിംഗ് കോളനി തരുന്നൊന്നുമില്ലല്ലോ ട്രാൻസ്പോർട്ട് അല്ല നിർബന്ധപൂർവ്വം തരുന്നൊന്നുമില്ല കിട്ടിച്ച കിട്ടിയില്ലെങ്കില്ല അതാണത് നോൺ ഫൈനാൻഷ്യൽ ഇൻസെന്റീവ് പിന്നെ ചിലവർക്ക് ഗോതമ്പ് കൊല്ലത്തിലെ രണ്ട് ചാക്ക് ഗോതമ്പ് ഒരു ചാക്ക് അരി ഇതൊക്കെ കൊടുക്കുന്ന പല കമ്പനികളുണ്ട് പിന്നെ ഹെൽത്ത് തണുപ്പ് സമയത്ത് ഹെൽത്തിന് വേണ്ടിയിട്ട് ശർക്കര ഇതൊക്കെ കൊടുക്കുന്ന കമ്പനികളുണ്ട് പലതും ആളുകളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് കേട്ടോ നല്ല തണുപ്പുള്ള സമയത്തൊക്കെ നോർത്തിൽ പിന്നെ അങ്ങനെ പലതും പലതും പിന്നെ അടുത്ത പ്രശ്നം വരുന്നത് കണ്ടക്ട് ആൻഡ് ഡിസിപ്ലിൻ നിങ്ങളുടെ സർവീസ് റൂൾ നോക്കൂ വർക്കർക്ക് ഒരു റൂളാണ് ഓഫീസർമാർക്ക് വേറെ റൂളാണ് workers are covered under standing certified standing order statutory ആണത് വർക്കറെ ടച്ച് ചെയ്യണമെന്നുവെങ്കിൽ വർക്കറുടെ നിയമങ്ങൾ ഡിഫറെൻ്റ് ആണ് മോഡൽ കണ്ടക്ട് റൂൾസ് പറഞ്ഞ ഓഫീസേഴ്സിൻ്റെ ആണ് അത് നോൺ സ്റ്റാറ്റ്യൂട്ടറി ആണ് ഓക്കെ കൂടുതൽ അറിയാൻ ആഗ്രഹമെങ്കിൽ ചോദിച്ചോളൂ പിന്നെ ഏ സത്യം ഹലോ ഏ ഇവിടെ കേട്ടോ പിന്നെ അതെടുക്കുക ചെറിയ രണ്ടത് നോട്ട് ബുക്ക് ആക്കി അതായത് ആ ചെറിയ നോട്ട് ബുക്ക് ആ ആറാണ്ട് യെസ് നോക്കിക്കോളൂ ഇതാണ് വർക്കേഴ്സിന് അപ്ലിക്കബിൾ ആയിട്ടുള്ളതാണത് വർക്കേഴ്സിന് അപ്ലിക്കബിൾ ആയ സ്റ്റാൻഡിങ് ഓർഡർ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണിത് ആയിരിക്കുന്ന സമയത്ത് ഇതാണ് വർക്കേഴ്സിന് അപ്ലിക്കബിൾ ആണ് കാരണം ഇതില് ബാക്കിൽ ലേബർ കമ്മീഷണർ എഴുതിയിട്ടുണ്ടോ ഇവിടെ ലേബർ കമ്മീഷണർ ഫൈൻ ഇതാ അപ്പൊ ഇതിന് ഇത് പ്രകാരമാണ് എംപ്ലോയീസിന്റെ പേരിൽ ആക്ട് എടുക്കാൻ പറ്റൂ അടുത്ത് ഓഫീസർമാർക്ക് ഇത് സ്റ്റാറ്റുറ്ററി അല്ല ഇത് പൊതുവെ നിയമങ്ങൾ ഓഫീസർമാർക്കുള്ളതാണ് അപ്പൊ ഇത് conduct discipline and appeal rules conduct discipline and appeal rules പോരാ ഇത് ഓഫീസർമാർക്കാണ് പിന്നെ പ്രൊഫഷ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് പറഞ്ഞ എത്തിക്സ് എത്തിക്സ് പിന്നെ നിങ്ങളെ ഓരോരോ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ മെമ്പർഷിപ്പ് എടുക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇപ്പൊ ചാർട്ടേഡ് അക്കൗണ്ട് ആണെന്ന് account chartered accountant institute of chartered accountant membership personnel management വെച്ചാൽ national institute of personnel management കൽക്കട്ടയുടെ മെമ്പർഷിപ്പ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആണ് വെച്ചാൽ Indian society for training development membership company secretary ആണ് വെച്ചാൽ institute of company secretaries C M A I C ഡബ്ല്യുടെ ആണെന്ന് വെച്ചാൽ കോസ്റ്റ് മാനേജ്മെന്റ് അസോസിയേഷന്റെ ഇതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമാകും കാരണം അവരുടെ പബ്ലിക്കേഷൻസ് ഉണ്ട് വായിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ നോളജ് വരും participative management worker participation in management participative management பண்ண ஒர்க்கர் பார்ட்டிசிபேஷன் இன் மேனேஜ்மெண்ட் அதாவது when you take you know you should involve worker while taking major decision அதான worker participation in management okay yes பின்ன அனலைஸ் இன்டர்பிரிட்டேஷன் பின்ன job enlargement job enlargement means increasing Job enlargement means increasing the scope of a job through extending the range of its job duties and responsibilities, generally within the same level and periphery. Job enlargement involves combining various activities at the same level in the organization and adding them to the existing job. അതായത് ഒരു ജോബ് ചെയ്യുമ്പോൾ അതിന്റെ അഡീഷണൽ ആയിട്ടുള്ള നിങ്ങൾ അത് എക്സ്പാൻഡ് ചെയ്തിട്ട് വരുന്നതാണ് കാരണം ആ ജോബിന്റെ ഒപ്പം അതാണത് പിന്നെ effective communication vertical horizontal diagonal അതായത് താഴെ നിന്ന് മോളിക്കും മോളിൽ നിന്ന് താഴേക്കും communication should flow effective communication ട്രൂപ്പ് അതാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ കേട്ടോ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിലാണ് എല്ലാ പ്രശ്നങ്ങളും വരുന്നത് പിന്നെ മോട്ടിവേഷൻ പറഞ്ഞു മാൻ പവർ പ്ലാനിങ് പറഞ്ഞു അഡ്വാൻറ്റേജസ് ഹ്യൂമൻ പിന്നെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് അഡ്വാൻറ്റേജസ് അതെ it is very essential to ഓട്ടം അതായത് പ്ലാനിങ്ങോട് കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് unwanted expenditure can be reduce പ്രോപ്പറായി പ്ലാൻ ചെയ്യുക രണ്ട് സയന്റിഫിക് നേച്ചർ ഉപയോഗം നിങ്ങൾ സെലക്ട് ചെയ്യുക സയന്റിഫിക് അതായത് ഏതെങ്കിലും സയന്റിഫിക് ഓരോ ടെസ്റ്റ് പുതിയ പുതിയ മെത്തേഡ് ഉപയോഗിച്ച് സെൻസിറ്റിവിറ്റി ട്രെയിനിങ് ഗ്രൂപ്പ് ഡിസ്കഷൻ അങ്ങനെ പേഴ്സണാലിറ്റി ടെസ്റ്റ് ട്രെയിൻ ട്രേഡ് അങ്ങനെ സയന്റിഫിക് വേ ആകുമ്പോൾ നിങ്ങൾ അവനെ അരച്ച് കുടിച്ച് ആ അവനിൽ നിന്ന് കിട്ടുന്ന മാക്സിമം നിങ്ങൾക്ക് അവന്റെ കഴിവിനെ പറ്റി നിങ്ങൾക്ക് അറിയാം അങ്ങനെ എടുത്ത ആളെ നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് അസറ്റ് ആയിരിക്കും എന്തായാ അത് തന്നെയാണ് സയന്റിഫിക് പിന്നെ involve taking supply organisation impact further employee എംപ്ലോയുടെ മോട്ടിവേഷനെ പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു എംപ്ലോയുടെ മോട്ടിവേഷൻ പിന്നെ കോസ്റ്റ് കട്ടിങ്ങിനെ പറ്റി അനാവശ്യമായ എക്സ്പെൻഡിച്ചർ പാടില്ല പ്ലാനിങ്ങിന്റെ അവോയ്ഡ് പിന്നെ വേറൊരു കാര്യം നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ അനാവശ്യമായിട്ടുള്ള ഇന്റർപേഴ്സണൽ ടെൻഷനെ അവോയ്ഡ് ചെയ്യുന്നു കാരണം എന്താ പറയുക പ്ലാനിങ്ങിലും പ്ലാനിങ്ങിലൂടെ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു ഒരു ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ലല്ലോ കമ്പനിയുടെ പ്ലാനിങ് ആണ് കമ്പനിയുടെ ആ പ്ലാനിങ് അനുസരിച്ച് ഞങ്ങൾ ചെയ്യുന്നു അതിന്റെ മാനേജ്മെന്റിന് അപ്രൂവൽ ഉണ്ട് അപ്പൊ ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ലല്ലോ ആരെങ്കിലും പറഞ്ഞു നീ എന്തിനാ അങ്ങനെ ചെയ്ത് ചോദിക്കില്ലല്ലോ കാരണം ഇത് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ബോർഡ് അപ്രൂവ് ചെയ്തിട്ടതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് മനസ്സിലായില്ലേ പിന്നെ മെനി ഓർഗനൈസേഷൻ ആയത് സ്റ്റാഫ് പിന്നെ പല പല പല ഓർഗനൈസേഷനിൽ ഓവർ സ്റ്റാഫാണ് ചിലത് അണ്ടർ സ്റ്റാഫാണ് ബാക്കി കൂടുതൽ പറയണ്ടല്ലോ ഓവർ സ്റ്റാഫ് ഉണ്ട് ചിലത് അണ്ടർ സ്റ്റാഫ് ഉണ്ട് ചിലത് ബാക്കി നിങ്ങൾ ഓർത്താൽ മതി എക്സ്പ്ലനേഷൻ ഞാൻ പറയുന്നില്ല പാടില്ല അത് അണ്ടർ സ്റ്റാഫും പാടില്ല ഓവർ സ്റ്റാഫും പാടില്ല തന്നെ പിന്നെ manpower planning has organisation develop uniformity consist പിന്നെ കൺസിസ്റ്റൻസി വേണം ആളുകളെ ഒരു സുപ്രഭാതത്തിൽ എല്ലാവരും കൂടി വരും പിന്നെ കുറെ കഴിഞ്ഞാൽ അവർ ആരും ഉണ്ടാവില്ല അതാ കണ്ടില്ലേ കാസർഗോഡ് നമ്മുടെ ഒരു മെഡിക്കൽ കോളേജിൽ ഒരാഴ്ച മുമ്പ് എല്ലാവരും ഉണ്ടായിരുന്നു ഡോക്ടറും ഉണ്ടായിരുന്നു നഴ്സും ഉണ്ടായിരുന്നു ബെഡും ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞുകൊണ്ട് ഒരു ദിവസം കഴിഞ്ഞു ഇതാ എല്ലാവരും ട്രാൻസ്ഫർ ചെയ്ത് വേറെ സ്ഥലത്തേക്ക് അവിടെ ഡോക്ടറും ഇല്ല നഴ്സും ഇല്ല ബെഡും ഇല്ല ബെഡുണ്ട് അവിടെ അടക്കണ്ട് അങ്ങനെ എന്ന് പറയുക കാരണം എന്തെന്ന് വെച്ചാൽ നമ്മളെ എപ്പോഴും കൺസിസ്റ്റൻസി വേണം എവിടെയായാലും ശരി മിനിമം സ്റ്റാഫ് നിങ്ങളിപ്പോ ഒരു വില്ലേജ് ഓഫീസിൽ പോയി പോയി അവിടെ ഒരാളില്ല നിങ്ങൾക്ക് എന്താ സ്ഥിതി നിങ്ങൾക്ക് കിട്ടേണ്ട സർവീസ് മുഴുവൻ വില്ലേജ് ഓഫീസിൽ നിന്നല്ലേ അവിടെ ആളില്ല കോർപ്പറേഷനിൽ പോയി അവിടെ ആരും വില്ലേജ് ആയിരിക്കും അപ്പം മിനിമം സ്റ്റാഫ് എപ്പോഴെങ്കിലും വേണം ഹോസ്പിറ്റലിൽ പോയി വിചാരിക്കുക അവിടെ ഡോക്ടറും നേഴ്സും വേണ്ടേ അപ്പോൾ ഇതേമാതിരിയുള്ള കാര്യങ്ങൾ അപ്പോൾ minimum staff manpower planning ഇനി shortcoming of manpower planning shortcoming deficiency manpower planning stresses more on qualification techniques manpower പ്ലാനിങ്ങിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ക്വാളിഫിക്കേഷൻ ഇതൊക്കെ അനുസരിച്ചിട്ട് വേണം മാൻ പവർ പ്ലാനിങ് അല്ലാതെ നമ്മൾ പ്രോപ്പർ ഓരോന്നിനും ഓരോ പോസ്റ്റിനും ഓരോ ക്വാളിഫിക്കേഷൻ ഇതുണ്ട് അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതിൽ ഈ പ്ലാനിങ്ങിൽ അതൊക്കെ ഉണ്ട് ഓരോരുത്തരുടെ ക്വാളിഫിക്കേഷൻ ഓക്കെ പിന്നെ പ്രേതത്തെ പിന്നെ in addition while manpower plan stresses technical efficiency ഉണ്ട് ചില സമയത്ത് ടെക്നിക്കൽ എഫിഷ്യൻസി ഉണ്ട് മാൻ പവർ ടെക്നിക്കൽ ആളുകളും വേണമല്ലോ നമുക്ക് അപ്പൊ അത് അതനുസരിച്ചിട്ടും നമ്മൾ ചെയ്യണം manpower planning typical recommend increase in the supply of workers with specific vocational and technique qualification ചില സമയത്ത് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് ആവശ്യമാണ് സ്കിൽഡ് വർക്കേഴ്സിന് ആവശ്യമാണ് പ്രോപ്പർ പ്ലാനിങ്ങിലൂടെയും ടെക്സ്റ്റിലൂടെയും നമുക്ക് ഇത്തരത്തിലുള്ള ആളുകളെ നമുക്ക് കിട്ടും പിന്നെ ഇനി സിവിൽ സർവീസിൽ മാൻ പവർ പ്ലാനിങ് എങ്ങനെ സിവിൽ സർവീസിൽ മാൻ പവർ പ്ലാനിങ് കേട്ടോളൂ ഞാനത് നോക്കിയിട്ടില്ല അതായത് ഇന്ത്യയിലെ ഇരുപത്തെട്ട് സ്റ്റേറ്റും അനവധി യൂണിയൻ ടെറിട്ടറി ഉണ്ട് എത്ര വേക്കൻസി ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന അടുത്ത കൊല്ലം ഓരോത്തിലും എത്ര അണ്ടർ സെക്രട്ടറി എത്ര ഡെപ്യൂട്ടി സെക്രട്ടറി ആ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി ഈ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞിട്ടേ അതിനനുസരിച്ചിട്ടുള്ള U P S C selection നടക്കൂ എഴുന്നൂറ്റി എൺപത്തിരണ്ട് പറഞ്ഞാൽ എഴുന്നൂറ്റി എൺപത്തി മൂന്ന് എടുക്കില്ല ആളെ ആ എത്ര വേക്കൻസി ഓരോരോ സ്റ്റേറ്റിലുണ്ട് അത്ര ആളെ ഒരാളെ കൂടുതൽ എടുക്കില്ല U P S C advertisement മുമ്പേ total requirement in each and every state and union territories, they will take the inputs. Accordingly, they will make projections. ഒരാളെ കൂടുതലെടുക്കില്ല ഒരാളെ കമ്മി എടുക്കില്ല മനസ്സിലായില്ലേ ഇതാണ് U P S C I F S ആയിക്കോട്ടെ എത്ര ഐ എഫ് എസ് കാറ്റഗറി ഉണ്ട് എത്ര ഫോറിൻ സർവീസ് വേണം എത്ര റവന്യൂ സർവീസ് വേണം അതിൽ ഒരാളെ കൂടുതൽ എടുക്കില്ല അടുത്ത കൊല്ലം പിന്നെ മനസ്സിലായോ അതാണ് കൃത്യനിഷ്ഠ പിന്നെ അടുത്തത് number of number of ministry